Okay difference between the amnesia caused due to actual brain damage actual brain ഡാമേജിലും വരുന്നുണ്ട് അതേപോലെ തന്നെ സൈക്കോളജിക്കൽ പ്രോസസ്സിലും വരുന്നുണ്ട് രണ്ട് രീതിയിലാണ് അംനേഷ്യ വരുന്നത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സൈക്കോളജിക്കൽ ആയിട്ടുള്ളതാണ് എന്തെങ്കിലും ഒരു റീസണിൽ നിന്ന് സൈക്കോളജിക്കൽ ആയിട്ട് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസോസിയേറ്റീവ് അംനേഷ്യ വരുന്നത് ചിലപ്പോൾ അത് വന്നിട്ട് unable to remember all or most of the recent or remote or past ചില കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റാത്തതായിട്ട് വരുന്നു then unable to retain newly acquired information ഈ രണ്ടെണ്ണമാണ് വരാൻ ഒന്നുകിൽ പഴയ ചിലത് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പുതിയതായിട്ടുള്ളത് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല അത് മറന്നു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ information is not permanently lost അത് പെർമനന്റ് ആയിട്ട് ലോസ്റ്റ് ആയി പോകുന്നൊന്നുമല്ല പെർമനന്റ് ആയിട്ട് ലോസ്റ്റ് ആയി പോകണമെന്നുണ്ടെങ്കിൽ അത് ബ്രെയിൻ ഡാമേജ് ആയിരിക്കണം സൈക്കോളജിക്കൽ ആയതുകൊണ്ട് അത് പെർമനന്റ് ആയിട്ടൊന്നുമല്ല ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് അവരത് സിഗ്മൺ ഫ്രോയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് അത് വിടുകയാണ് ആ ഒരു സ്ട്രെസ്സിന്റെയോ അല്ലെങ്കിൽ എന്തോ കാരണങ്ങൾ കൊണ്ട് then this can be retrieved by hypnosis uh, narcotic narcotic and some uh, and some then വെറുതെ കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അത് റിക്കവർ ചെയ്ത് തിരിച്ചു വരാം ചിലതല്ലെങ്കിൽ ഹിപ്നോട്ടിക് തെറാപ്പിയിലൂടെ പുറത്തേക്ക് നാർക്കോട്ടിക്കോ ഹിപ്നോട്ടിക് തെറാപ്പിയിലൂടെ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നു Then the dissociative amnesia can be localized in a specific period of life. നോക്കിക്കോളൂ ബുക്കിലും കൂടിയേ generalised over major part of the person's life കുറെ നാളത്തേക്ക് അത് ആ കുറെ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ സെലക്റ്റീവ് ആയിരിക്കും കേട്ടോ അവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ സ്പെസിഫിക് ഈവൻസും ആയിരിക്കും അവർ മറന്നു പോകുന്നത് ഓക്കെ അപ്പം ഈ ഒരു കാര്യങ്ങൾ അത് തിരിച്ചെടുക്കാനും പറ്റും ദെൻ ഒരു സർട്ടൺ പോയിന്റ് ഓഫിലായിരിക്കും അവരത് മറന്നു പോകുന്നത് കറക്റ്റായിട്ട് പറയുന്നത് nothing is remembered beyond a certain point അതിനപ്പുറത്തേക്ക് അവർക്ക് ഓർമ്മ കിട്ടാതെ വരുന്നു then localised and selective amnesia ഇത് സാധാരണ കോമൺ ആയിട്ട് വരുന്നതാണ് ചില കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് മറന്നു പോകുന്നു ആ ചില കാലഘട്ടങ്ങളിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആ അടുത്ത നാളിൽ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ വരുന്നില്ല അപ്പൊ അത്രയും സ്ട്രെസ് അവിടെ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എസ്കേപ്പ് മെക്കാനിസത്തിലേക്ക് അവർ പോകുന്നത് the next one is dissociative fugue ഇത് ഫ്യൂഗ് മീൻസ് ഫ്ലൈറ്റ് എന്നാണ് ഓടിപ്പോവുക dissociative fugue is sudden unexpected travelling away from home or work വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വർക്കിൽ നിന്നോ ഒരു സുപ്രഭാതത്തില് വേഗം ഒളിച്ചോടി പോവുകയാണ് ഐഡന്റിറ്റി ക്രൈസിസ് വരികയാണ് എന്നിട്ട് അതിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് പിന്നെ അത്രയും ഇതായിട്ട് വന്നതുകൊണ്ടാണ് ഇറങ്ങിപ്പോയത് പേഴ്സണൽ ഐഡന്റിറ്റി തിരിച്ചറിയുന്നില്ല അസ്യൂം ന്യൂ ഐഡന്റിറ്റിയിലേക്ക് അവർ വരുന്നു എന്നുള്ളതാണ് ഫ്യൂഗ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ആ പോ ഇതിനകത്ത് എക്സാമ്പിൾ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ചാൽ മതി ഒരു ഒരു ദിവസം ഇപ്പൊ ജോലിക്ക് പോയ ഒരാള് ഒരു ദിവസം ആ ജോലി സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് പോയി കഴിഞ്ഞിട്ട് ആ ആ പോയ ഐഡന്റിറ്റി അല്ല ആൾക്ക് മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ ഇപ്പൊ ഞാൻ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് തൃശ്ശൂർ ചെല്ലുമ്പോഴത്തേക്കും എന്റെ ഐഡന്റിറ്റി മാറി കാരണം അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഈവന്റിൽ നിന്നാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ എന്നെ തന്നെ മറന്നു എന്റെ ഐഡന്റിറ്റി മറന്നു ഞാൻ അവിടെ പോയി വേറൊരു ഐഡന്റിറ്റിയിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതായ രീതിയിൽ ഇതിനകത്ത് എക്സാമ്പിൾ ഉണ്ട് നിങ്ങൾ വായിച്ചോളൂ ഈ അവസ്ഥയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള ആ ഒരു ആശയക്കുഴപ്പം വരും ദെൻ പാസ്റ്റിനെ കുറിച്ച് ഉറപ്പില്ലാത്ത അവസ്ഥ പാസ്റ്റ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതിനു മുമ്പ് ഞാൻ എന്തായിരുന്നു അല്ലെ താൻ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് ദെൻ ഐഡന്റിറ്റി ക്രൈസിസ് വരുവാണ് അവിടെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു വീണ്ടും തിരിച്ചാളെ സെയിം എൻവയൺമെന്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകും അത് ചിലപ്പോൾ അൻസൈറ്റിയിലേക്ക് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാം ചിലപ്പം ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ആവാം ആൻക്രി ആവാം പിന്നെ ഇൻഫിയറിറ്റി കോംപ്ലക്സ് വരും അവർക്ക് സമയം നഷ്ടപ്പെട്ടതായിട്ട് തോന്നും അവരുടെ ജീവിതത്തിന്റെ കുറച്ച് നാളുകള് ചിലപ്പോൾ ഒരു ആറുമാസമൊക്കെ ഈ രീതിയിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു അത്രയും നഷ്ടം വന്നു അവരുടെ ജീവിതത്തിൽ അതവരെ വല്ലാതെ വിഷമിപ്പിക്കും ഒരു അപരിചിതത്വം അവർക്ക് അനുഭവപ്പെടും കാരണം ഒരു ഐഡന്റിറ്റി ആദ്യത്തെ ഐഡന്റിറ്റി അവർക്ക് ലോസ്റ്റ് ആയി സെക്കൻഡ് ഐഡന്റിറ്റി അവർ എടുത്തു അതും അവർക്ക് പോയി വീണ്ടും പഴയതിലേക്ക് വരുമ്പം അവർക്ക് ആ അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തൊരവസ്ഥ വരും ദെൻ പിയാഷ പറയുന്ന പോലെ അക്കോമഡേഷൻ അവിടെ നടക്കാതെ വരുന്നു ആ രീതിയിലേക്ക് വരുന്നുണ്ടോ ദെൻ ഡീപേഴ്സണലൈസേഷൻ ഡിസോർഡറെ The depersonalization means feeling as if one is not oneself. അവനവൻ തന്നെയാണെന്ന് തോന്നുന്നില്ല ഇത് എന്റെ കൈ തന്നെയാണോ എനിക്ക് ഇടയ്ക്ക് സംശയം വരികയാണ് ഞാൻ ആ ഇവിടെ പേഷ്യന്റ് കേട്ടോ ഇത് എന്റെ തന്നെ കൈ ആണോ എന്ന് എനിക്ക് സംശയം തോന്നുകയാണ് എന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവങ്ങ് വിട്ടുപോയി ശരീരം മാത്രമേ ഉള്ളൂ എന്നിട്ട് ഈ ശരീരം തന്നെ എന്റെ ആണോ എന്ന് ഇതൊക്കെ നമുക്ക് ചില സമയത്ത് ഒരു അഞ്ചു മിനിറ്റ് നേരത്തേക്കൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരാരെങ്കിലും മരിച്ചാലോ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് അതൊക്കെ തോന്നുന്ന ഒരു ഒരവസ്ഥയാണ് ഡിപേഴ്സണലൈസേഷൻ നമുക്ക് as a normal person but അതാണ് ഒരു ജീവിതകാലം മുഴുവൻ ഇങ്ങനെയാണ് തോന്നുന്നത് എങ്കിൽ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ വരികയാണ് എങ്കിൽ അതും അല്ലാത്തൊരു അവസ്ഥയാണ് അവരുടെ അവർക്ക് അവരുടെ ബോഡി തന്നെ അങ്ങനെ ഒരു അൺകോൺഷ്യസ് അവസ്ഥയിൽ അവർ നിൽക്കുകയാണ് ഇത് എന്റെ തന്നെ ശരിയാണോ തിരിച്ചറിയത്തില്ല ആ ആത്മാവ് നഷ്ടപ്പെട്ട പോലെ ഇങ്ങനെ എന്താണ് ഫീലിങ്സ് എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള ഒരു ഇതാണ് ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ അതെ നോക്കിക്കോളൂ അടുത്തതായി ബുക്കിനകത്ത് അങ്ങനെ കൊടുത്തേക്കുന്നത് ഞാൻ കണ്ടില്ല happening around not real by this to anybody under extreme conditions ചിലപ്പോഴൊക്കെ അത് വളരെ എക്സ്ട്രീം കണ്ടീഷനിലേക്ക് പോവാറുണ്ട് ഈ സമയത്ത് തന്നെ പേഴ്സൺ അത് detached from the body and on mental process അതിൽ നിന്ന് വിട്ടു വേർവിട്ടു പോകുന്ന പോലെ അവർക്ക് തോന്നുവാണ് ചില സമയത്തൊക്കെ അവർക്ക് ഹാലൂസിനേഷനും ഡിലൂഷനും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കാണാറില്ല വരാറില്ല കേട്ടോ ഇതിന്റെ കൂടെ വരാറില്ല സൈക്കോട്ടിക് സൈക്കോട്ടിക് ആയിട്ടുള്ള സിംറ്റംസ് കാണുന്നില്ല എന്നാലും ഇവർക്ക് ഇവരുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ ശരീരം വിട്ടുപോയതായിട്ട് അല്ലെങ്കിൽ ഒന്നുമല്ലാതെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് തോന്നുന്നു കേസ് വായിക്കണേ നിങ്ങൾ തന്നെ വായിച്ചാൽ മതിയേ then dissociative identity disorder dissociative identity disorder എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന പേര് earlier known as multiple personalities page number fifty six മൂന്നാമത്തെ പാരഗ്രാഫിൽ dissociative identity disorder is the modern name of what was earlier known as multiple personalities Hindi movie Anniyan കണ്ടോളുക അതായിരിക്കും ഏറ്റവും ഇതായിട്ടുള്ള അതെ പിന്നെ ഒന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് ഒരു movie three faces of Eve ഞാൻ കണ്ടില്ല നിങ്ങൾ കാണുക ഓർ സിബി സിബിൽ എന്നും പറഞ്ഞ ഒരു മൂവിയും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നോക്കിക്കൊള്ളുക തമിഴ് മൂവി നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ ഒരേ സമയത്ത് മൂന്നോ നാലോ ഐഡന്റിറ്റി വരുന്നത് കാരണമുണ്ടാവും എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമ ആയിരിക്കണം ഇതിന് മോസ്റ്റ്ലി ഇതിന് കാരണമായിട്ട് വരുന്നത് ഈ ഒരു സൊസൈറ്റി നമുക്ക് മുന്നോട്ട് zero eleven block two page number fifty six dissociative identity disorder Now, page number 57, Etiology of uh, Dissociative Disorder, Biological Factors, eh? uh, Somatoform, Biological Factors. Then, Somatoform Disorder, Biological Factors വരുന്നുണ്ട് അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അവരുടെ ബയോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് ഇവർക്ക് സംഭവിക്കാവുന്നത് then psychological factors psycho analytical approach അത് ഞാൻ ആദ്യം പറഞ്ഞത് ഡിഫൻസ് മെക്കാനിസവും അതുപോലെ തന്നെ ഡിപ്രഷനും റെപ്രഷൻ ഡിപ്രഷൻ അല്ല റെപ്രസ് ചെയ്ത് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കുറേയധികം കാര്യങ്ങൾ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ ചൈൽഡ്ഹുഡിലുള്ള ട്രോമ ആയിരിക്കാം ഇതിന് കാരണം അല്ലെങ്കിൽ വൾണറബിൾ പേഴ്സണാലിറ്റി വൾണറബിൾ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ തുടങ്ങി ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പറയുന്നുണ്ട് വൾണറബിൾ പേഴ്സണാലിറ്റി എന്ന ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കൊണ്ട് വരുന്നതാണ് കൂടുതലായിട്ടും വൾണറബിൾ പേഴ്സണാലിറ്റി ഒന്നുകിൽ ഡൈവേഴ്സ്ഡ് ഫാമിലി അല്ലെങ്കിൽ എപ്പോഴും വഴക്കുണ്ടാകുന്ന ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ എപ്പോഴും അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ കോൺഫ്ലിക്ട്സ് ഇതെല്ലാം കൂടി എന്ത് വരുന്നുണ്ട് ഈ ഒരു കുട്ടിയിൽ സപ്രഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ റെപ്രസ് ചെയ്ത് അവരുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നുണ്ട് അത് പിന്നീട് ഡിഫൻസ് മെക്കാനിസം ആവുന്നു അൻസൈറ്റി അവർ കാണിക്കുന്നില്ല ആൻസൈറ്റി കാണിക്കാത്തത് കൊണ്ട് അത് വേറൊരു രീതിയിൽ സമാരംഭമായിട്ട് അത് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഡിസോസിയേറ്റീവ് ഡിസോർഡർ ആയിട്ട് way then behavioural approach behavioural അപ്രോച്ചില് dissociation to attempt to person to avoid extreme stress extreme stress avoid ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസോസിയേറ്റീവ് ആയിട്ട് ഇവര് പുറത്തേക്ക് വരുന്നത് ആ സ്ട്രെസ്സിനെ അവർ കാണിക്കുന്നില്ല അപ്പൊ അത് പുറത്തേക്ക് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് then next one is cognitive approach കോഗ്നേറ്റീവിലും അതുപോലെ തന്നെ സെലക്റ്റീവ് മെമ്മറി അവരിൽ നിന്ന് പോവുകയാണ് അല്ലെങ്കിൽ ആ മെമ്മറി അവർക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ചിലപ്പോൾ അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും കാണിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് താഴേക്ക് വരുന്നു അപ്പൊ കോഗ്നറ്റീവിലും അത് തന്നെ സംഭവിക്കുന്നു കേട്ടോ then culture and social factors cultural factors നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ ഈ പാലക്കാട് സൈഡിലൊക്കെ ഉണ്ട് എന്താ പറയാ പാമ്പാട്ടം എന്നോ അങ്ങനെ എന്തോ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ലേഡീസൊക്കെ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ഒരു അമ്പലത്തിന്റെ ഒരു പെരുന്നാൾ അമ്പലത്തിന്റെ പെരുന്നാൾ നല്ലല്ലോ പറയുന്നത് എനിവേ അമ്പലത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഒരു സർപ്പംപാട്ട് എന്ന് പറയും ആ യെസ് അത് തന്നെ എന്താണെങ്കിലും നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ അതുപോലെയുള്ള കൾച്ചറലും സോഷ്യലും ആയിട്ടുള്ള നോംസ് വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നു കേട്ടോ ദെൻ നമ്മൾ പേഴ്സണാലിറ്റി വീണ്ടും വന്നു സ്ട്രെസ്ഫുൾ ഈവൻസും ഇത് ചൈൽഡ്ഹുഡിൽ സംഭവിക്കുന്നതാണ് കൂടുതലായിട്ട് അത് തന്നെയാണ് സൈക്കോ അനലൈസിലും വന്നത് സൈക്കോ അനലിറ്റിക്കൽ തിയറിയിലും വന്നത് സിഗ്മൺ ഫ്രോയിഡിന്റെ വന്ന് റെപ്രസ് ചെയ്ത് ഉള്ളിലേക്ക് വിടുന്നു ആ ഉള്ളിൽ നിന്ന് അത് വിവിധ രൂപത്തിലേക്ക് പുറത്തേക്ക് വരുന്നു അത് അൺസൈറ്റി ആയിട്ട് പുറത്തേക്ക് വരുന്നില്ല അതുകൊണ്ടാണ് വേറെ പല രൂപത്തിലും പുറത്തേക്ക് വരുന്നത് ഇനി ട്രീറ്റ്മെന്റ് ഓഫ് ഡിസോസിയേറ്റീവ് ഡിസോർഡറെ സേഫ് ആണ് എന്നുള്ളത് നമ്മളൊരു കേസ് ഹിസ്റ്ററി ഒക്കെ എടുക്കുമ്പോൾ അവർക്ക് ഒരു സേഫ് എൻവയോൺമെന്റ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നു അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ സപ്പോർട്ടീവ് തെറാപ്പിയാണ് കൊടുക്കുന്നത് ദെൻ സപ്പോർട്ടീവ് സൈഡിൽ എഴുതി വെച്ചോളൂ കേട്ടോ supportive therapy psycho analytic therapy then hypno psycho therapy insight therapy then അവരെ കൊണ്ട് സെൽഫ് ഹിപ്നോസിസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിക്കും കേട്ടോ സെൽഫ് ഹിപ്നോസിസ് ചെയ്യും പിന്നെ ഇവർ പറയുന്നതിനെയൊക്കെ പിന്നെ ഇവർ ചിലപ്പോൾ പറയുന്നതിനെയൊക്കെ ക്രോസ് ചെക്ക് ചെയ്യണം ഇവരൊന്നും സത്യം പറഞ്ഞു എന്ന് നിർബന്ധം ഉണ്ടാവുകയില്ല അപ്പൊ നമ്മൾ കേസ് സ്റ്റഡി എടുക്കുമ്പോൾ നമ്മളത് ക്രോസ് ചെക്ക് ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ next book book number three എന്റെ കയ്യിൽ ഇരിക്കുന്നത് mild moderate and major depressive disorders ഇൻട്രൊഡക്ഷനിൽ നോക്കിക്കോളൂ പറയുന്നത് എന്താണെന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഒന്ന് ഡിപ്രഷന്റെ പറഞ്ഞിരിക്കുന്നുണ്ട് ഒന്ന് മാന്യയുടെയും പറഞ്ഞിട്ടുള്ളൂ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ദുഃഖമായിരിക്കും മാന്യ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഒരു റീസണും ഇല്ല അതിന് രണ്ടിനും അതാണ് പ്രത്യേകത റീസൺ ഇല്ലാണ്ട് റീസൺ ഇല്ലാതെ സന്തോഷവും റീസൺ ഇല്ലാതെ ദുഃഖവും അതാണ് ഇതിനകത്ത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇനി മുന്നോട്ട് നോക്കിയാൽ അടുത്ത പേജിൽ നിങ്ങൾക്ക് പേജ് നമ്പർ സിക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിപ്രസീവ് ഡിസോർഡേഴ്സ് എന്ന് ഡിപ്രസീവ് ഡിസോർഡേഴ്സിൽ കുറച്ച് എന്താ പറയുക കോമൺ ആയിട്ടുള്ള സിംറ്റംസ് കൊടുത്തിട്ടുണ്ട് ഏത് ഡിപ്രസീവ് ഡിസോർഡർ വന്നാലും ആദ്യം ഈ സിംറ്റംസ് മുഴുവനും അറിഞ്ഞിരിക്കണം എക്സാമിന് വരുമ്പോഴത്തെയാണ് പറയുന്നത് ഇവിടെ ഒരു ഒൻപത് സിംറ്റംസ് കൊടുത്തിട്ടുണ്ട് ഡിപ്രഷന്റെ കോമൺ ആണത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിപ്രഷനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നുള്ളൂ അപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കുക ഡിപ്രഷന്റെ സിംറ്റംസ് ഈ ഒൻപതെണ്ണം ഏത് വന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് എന്നുള്ളത് ചിന്തിച്ചോളുക എന്നിട്ട് അതൊന്ന് നോക്കിക്കൊള്ളുക ഞാൻ വായിച്ചു പോകാം ജസ്റ്റ് ഒന്ന് feelings of helplessness and hopelessness that means ഒരു പ്രതീക്ഷയില്ല ഒന്നിലും ഒരു പ്രതീക്ഷയില്ല എന്തിനാ മുന്നോട്ട് ജീവിക്കുന്നതെന്നോ അങ്ങനെയൊന്നും അറിയത്തില്ലാതെ പ്രതീക്ഷകളില്ലാത്ത ജീവിതം ദെൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല ഡെയിലി ആക്ടിവിറ്റീസ് എപ്പോ വേണേലും എഴുന്നേക്കാം എപ്പോ വേണേലും കിടക്കാം ആ രീതിയിൽ ഒന്നും ചെയ്യാനില്ല ചിലർക്ക് ഭയങ്കര വിശപ്പായിരിക്കും ചിലർക്ക് വിശപ്പില്ലായിരിക്കും ഉറക്കവും അതുപോലെ തന്നെ ചിലർ ഭയങ്കരമായിട്ട് ഉറങ്ങും ഒത്തിരി നേരം ചിലർ രാവിലെ വെളുപ്പിന് മൂന്ന് മണിക്കൊക്കെ എണീറ്റിരിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പൊ ആ രീതിയിൽ ഇതിൽ വേരിയേഷൻ വരുന്നേ ദെൻ ഇറിറ്റബിലിറ്റിയും റെസ്റ്റ്ലെസ്നെസ്സും മനസ്സൊരിക്കലും ശാന്തമായിട്ടിരിക്കുകയില്ല പിന്നെ എല്ലാ കാര്യത്തിലും ഇറിറ്റേഷൻ ആയിരിക്കും ദെൻ ലോസ് ഓഫ് എനർജി ഒട്ടും എനർജി ഉണ്ടാവില്ല ഒന്നും ചെയ്യാൻ ആക്റ്റീവായിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഡിപ്രഷന്റെ ഏറ്റവും വലിയ ഇതാണല്ലോ ഒന്നും ചെയ്യണമെന്നില്ല എല്ലാം ഒരു ബോഡി ആണെങ്കിലും ഒരു എന്താ പറയാ അനീസി ഫീൽ ആയിട്ട് നിൽക്കും സെൽഫ് ലോത്തിങ് ദാറ്റ് മീൻസ് എന്നെ ഒന്നിനും കൊള്ളില്ല എന്നെ കൊണ്ട് എന്നെ ആർക്കും വേണ്ട എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു ഫീലിങ്സ് വരുന്നു ദെൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നിലും അൺഎക്സ്പ്ലെയിൻഡ് എക്സ് ആൻഡ് പെയിൻസ് എവിടേക്കോ വേദനകളും അതുപോലെ തന്നെ വിഷമങ്ങളും ഒക്കെ വരുന്നു ഇത്രയും ഡിപ്രസീവ് ഡിസോർഡേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺസ് ആണ് ഏത് നിങ്ങൾ ഇനി മുന്നോട്ട് പഠിക്കാൻ പോകുന്ന മൈൽഡ് ഡിപ്രസീവ് ആണെങ്കിലും മോഡറേറ്റ് ആണെങ്കിലും മേജർ ആണെങ്കിലും ഡിസ്റ്റൻസി ആണെങ്കിലും ഏതാണെങ്കിലും ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഒൻപത് പോയിന്റ് ആണ് ആ തന്നിരിക്കുന്നത് ഇനി അതിന്റെ കൂടെ സ്പെഷ്യലായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ എണ്ണം കൂടെ ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ ഇനി നോക്കിക്കോളൂ മുന്നോട്ട് മുന്നോട്ട് തരം തിരിച്ച് തിരിച്ചു വെച്ചിരിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് മൈൽഡ് ഡിപ്രസീവ് മുതൽ തുടങ്ങാവേ മൈൽഡ് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ചില സിറ്റുവേഷൻസ് ഇപ്പൊ എക്സാം എഴുതണം രണ്ടു ദിവസം കഴിഞ്ഞാൽ എക്സാം ആണ് അപ്പൊ നമുക്ക് നല്ല ടെൻഷൻ ആയിരിക്കും അയ്യോ എക്സാം ആണല്ലോ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ അതൊക്കെ ചെറുതായിട്ട് വരുന്നതാണ് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഡിപ്രഷനാണ് മൈൽഡായിട്ട് ഡിപ്രഷൻ എല്ലാവർക്കും ഉണ്ടാവണം ഇല്ലെങ്കിലും അത് പ്രോബ്ലം ആണ് കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോ ഒരു ജോലി നഷ്ടപ്പെടുവോ അങ്ങനെയൊക്കെ വന്നാൽ അത് കുറച്ച് നാളത്തേക്ക് നിൽക്കും കുറച്ച് നാൾ കൊണ്ട് അത് ശരിയായില്ലെങ്കിൽ അത് മുന്നോട്ട് പോകും കേട്ടോ കുറച്ച് സമയത്തേക്ക് ചിലപ്പോൾ ഒരു ക്ലോസ് ഫ്രണ്ട് നഷ്ടപ്പെട്ടു പോയാൽ അങ്ങനെ മരിച്ചു പോവുക എന്നല്ല പറഞ്ഞ് വേറെ ഇപ്പൊ പുറത്തേക്ക് എങ്ങാനും പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമുക്കൊക്കെ വരുന്നതാണ് മൈൽഡ് ഡിപ്രഷൻ ഈ മൈൽഡ് ഡിപ്രഷന്റെ സിംറ്റംസ് നോക്കിയോളൂ നമ്മൾ നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഒക്കെ തന്നെ മൈൽഡ് ഡിപ്രഷനും വരുന്നുണ്ട് അതായത് കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരുന്നു ഉറക്കമില്ല എക്സാമിന്റെ ആണെങ്കിൽ നമുക്കറിയാം ഒരാഴ്ചയെ നമുക്ക് ഉറക്കം പോകുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഉറക്കത്തിലേക്കൊക്കെ തന്നെ വരും അതിനോട് കോമ്പൻസേറ്റ് ചെയ്ത് ഉറങ്ങും അപ്പൊ അതേപോലെ fatigue and sleepiness then physical problems വരുന്നു ആ സമയത്ത് loss of interest then feeling of guilt and worthlessness ഇത്രയും വരുന്നത് ഇനി അത് ഒന്നുകൂടി ഒന്ന് നോക്കുവാണെങ്കിൽ ദേഷ്യം ക്ഷോഭം കോപം നിരാശ ദെൻ കുറ്റബോധം ചിലപ്പം വരുന്നുണ്ട് ദെൻ നിരാശയായിട്ടുള്ള ആ വികാരങ്ങളൊക്കെ ആ രീതിയിലായിരിക്കും ഒരു സ്വയം ഒരു വെറുപ്പ് വരിക ഒരിക്കലും ആസ്വദിച്ചിരുന്ന പ്രവർത്തനങ്ങളോട് താല്പര്യം കുറയുന്നു ദെൻ മോട്ടിവേഷൻ കുറയുന്നു ദെൻ സൊസൈറ്റിയിൽ നിന്ന് മാറി നിൽക്കാൻ തോന്നും പകൽ ഉറക്കവും ക്ഷീണവും ദെൻ ഉറക്കമില്ലായ്മ വരുന്നു വിശപ്പിൽ മാറ്റം വരുന്നു ഭാരം കുറയുന്നു ചിലപ്പോഴൊക്കെ ചെറുതായിട്ട് മദ്യം മയക്കുമരുന്നിലേക്കൊക്കെ പോകുന്നു ഇത്രയൊക്കെയാണ് മൈൽഡ് ഡിപ്രഷന്റെ സിംറ്റംസിൽ വരുന്നത് ഇനി അതിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഡിസ്തീമിക് ഡിസോർഡർ എന്ന് പറഞ്ഞ് ഡിപ്രഷനിൽ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തത് ഡിസ്തീമിക് ഡിസോർഡർ അത് ആഴ്ചയിൽ നാല് ദിവസവും രണ്ട് വർഷത്തേക്കും വരികയാണെങ്കിൽ അപ്പം അതിനെ നമ്മൾ എന്ത് പറയുന്നു ഡിസ്തീമിയ എന്ന് പറയുന്നു മൈൽഡ് ആയിരുന്നു അപ്പം ആറു മാസം വരെ കൂടിപ്പോയാൽ ഇപ്പൊ ഒരു ജോലി പോവുകയോ അങ്ങനെയൊക്കെ അത് കൂടുതൽ പോകില്ല പക്ഷെ ഇവിടെ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആഴ്ചയിൽ നാല് ദിവസവും രണ്ട് വർഷത്തേക്ക് ആഴ്ച നാല് ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ അതേപോലെ വരികയാണെങ്കിൽ എന്ത് വരുന്നു ഡിസ്റ്റീമിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡിസ്റ്റീമിക് ഡിസോർഡർ എന്ന് പറയുന്നത് ഇനി അതിന്റെ ഒന്ന് നോക്കിക്കോളൂ എന്തൊക്കെയാണെന്ന് ഇതിന് കാരണം കാരണവും പറയുന്നുണ്ട് അതേപോലെ തന്നെ അതിന്റെ സിംറ്റംസ് പറയുന്നുണ്ട് നേരത്തെ നമ്മൾ പഠിച്ച സിംറ്റംസിന്റെ കൂടെ നേരത്തെ പഠിച്ച സിംറ്റംസിന്റെ കൂടെ ലോ സെൽഫ് എസ്റ്റീമും ലോ സെൽസ് സെക്സ് ഡ്രൈവും കൂടി കൂടി ചേർന്നിട്ടുള്ളൂ ബാക്കി കുറെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അവരിങ്ങോട്ട് ഒമ്പത് പോയിന്റ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അതിന്റെ കൂടെ ലോ സെൽഫ് എസ്റ്റീമും ലോ സെക്സ് ഡ്രൈവുമാണ് കൂടിയിരിക്കുന്നത് നോക്കിക്കോളൂ കേട്ടോ ദെൻ ഇത് മോസ്റ്റ്ലി ഇതിന് കാരണമായിട്ട് വരുന്ന തലച്ചോറിലെ സെറട്ടോണിന്റെ അളവ് വർദ്ധിക്കുന്നതുകൊണ്ടായിരിക്കും വർദ്ധിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഡിപ്രഷൻ എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് കാരണം വരുന്നത് അപ്പൊ ആ രീതിയിലുള്ള കാരണം വരുന്നത് ഇതിന് നമ്മൾ ചെയ്യാനുള്ളത് ദിവസവും വ്യായാമം ചെയ്യുക ഷെഡ് ഒരു ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക ദെൻ സമീകൃത ആഹാരം കഴിക്കുക യോഗ ധ്യാനം സംഗീതം വായന then psychotherapy talk therapy C B T കിട്ടിയോ ട്രീറ്റ്മെന്റ് പറഞ്ഞേ ഇനി മോഡറേറ്റ് ഡിപ്രസീവ് ഡിസോർഡറെ ഡിസ്തീമിയ പറഞ്ഞു അതെങ്ങനെയായിരുന്നു എന്നുള്ളത് ഓർക്കണം മൈൽഡ് പറഞ്ഞു ഡിസ്തീമിയ പറഞ്ഞു ഡിസ്തീമിയ ആഴ്ചയിൽ നാല് ദിവസം രണ്ട് വർഷത്തേക്കാണ് അതാണ് ഡിസ്തീമിയ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഡിപ്രസീവ് ഡിസോർഡറിന്റെ സിംറ്റംസിന്റെ കൂടെ രണ്ടെണ്ണം കൂടി കൂട്ടി ലോ സെൽഫ് എസ്റ്റീമും ലോ സെക്സ് ഡ്രൈവും കൂടി കൂട്ടി അപ്പം എന്ത് വന്നു ഡിസ്തീമിയ വന്നു അത് ആഴ്ചയിൽ നാല് ദിവസവും രണ്ട് വർഷത്തേക്കുമാണ് ഓക്കെ ഇനി നമ്മൾ പോകുന്നത് മോഡറേറ്റ് ഡിപ്രസീവ് ഡിസോർഡർ ആണ് ഇതിനെ നമ്മൾ adjustment disorder depressed mode moderate depressive category ഇങ്ങനെ രണ്ട് മൂന്ന് പേരിൽ അറിയപ്പെടുന്നുണ്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പേര് മോഡറേറ്റ് ഡിപ്രസീവ് ഡിസോർഡറും അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡറുമാണ് അതായത് മോഡറേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം കൊണ്ട് വരുന്നതാണ് എന്ന് ഓർത്തോണം ഇത് ആറു മാസത്തിൽ കൂടുതൽ ഉണ്ടാവില്ല ആറു മാസം വരെ ആണ് ഇതിന്റെ കണക്ക് പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടുതൽ ഉണ്ടാവുമല്ലോ മോഡറേറ്റ് ആണ് അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലത്തിനാണ് ഇതിൽ വരുന്നത് ഇത് മിക്കവാറും വരുന്നത് ചിലപ്പോഴൊക്കെ ഒരു എക്സ്പീരിയൻസിങ് സോഷ്യൽ ആൻഡ് ഒക്യുപ്പേഷണൽ ഫംഗ്ഷനിങ്ങിൽ ബുദ്ധിമുട്ട് വന്നാൽ ജോബ് പോയാൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ആ ഒരു ജോബ് പോയി ആറുമാസം കഴിഞ്ഞ് ജോലി കിട്ടി അപ്പൊ അത് തീർന്നു മോഡറേറ്റ് ഡിപ്രഷൻ ആയിരുന്നു കുറച്ച് നാളത്തേക്ക് ഡിപ്രഷൻ ആയിരുന്നു ആഗ്രഹിച്ചത് സാധിച്ചില്ല കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നു അപ്പൊ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ജോലി പോയിട്ട് വേറെ പുതിയൊരു സ്ഥലത്ത് വന്നു അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള അത് ഇതിന് ഒരു വെച്ചാൽ ഒരു ആത്മാഭിമാനത്തിന്റെ ഒരു പ്രശ്നമാണ് അപ്പൊ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്നു ദെൻ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നു അത് ഇമോഷനെ ബാധിക്കുന്നു സെൽഫ് എസ്റ്റീം പ്രൊഡക്ടിവിറ്റി ഇമോഷൻസ് ഈ മൂന്ന് കാര്യങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നേ സ്ട്രെസ് വന്നിട്ട് അതൊരു ആറുമാസം വരെ നിൽക്കും ആറുമാസത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് അടുത്ത കാറ്റഗറിയിലേക്ക് പോകും കേട്ടോ ആറുമാസം വരെ ഉള്ളൂ അത് മോഡറേറ്റ് ആയിരിക്കും മോസ്റ്റ്ലി അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ആയിരിക്കും കാരണം ജോലി ഇല്ലെങ്കിൽ വേറെ പലതും അഡ്ജസ്റ്റ് ചെയ്യുന്നതായിട്ട് വരുന്നു അല്ലെങ്കിൽ എനിവേ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ആയിരിക്കും മോഡറേറ്റിൽ വരുന്നത് അതിന്റെ അത് വന്നാലുണ്ടാകുന്ന സിംറ്റംസ് ആദ്യം തുടക്കത്തിലേ കൊടുത്തിട്ടുണ്ട് അത് തന്നെയായിരിക്കും സിംറ്റംസ് വരുന്നത് കേട്ടോ പിന്നെ അതിനകത്ത് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഇത് ബാധിക്കുന്നത് self esteem and productivity and emotion കിട്ടിയോ ആത്മാഭിമാനത്തിന്റെ പ്രശ്നങ്ങൾ ഉൽപാദനക്ഷമത കുറയുന്നു ഇമോഷൻ കൂടുന്നു ഭയങ്കരമായിട്ട് വേവലാതിയൊക്കെ വരുന്നു ഓക്കെ ഇനി ഏതിന് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ C B T interpersonal therapy decision making capacity കൂട്ടുന്നു സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യിക്കുന്നു അതാണ് സെബിറ്റി എന്ന് പറഞ്ഞത് കേട്ടോ മേജർ ഡിപ്രസീവ് ഡിസോർഡർ അടുത്തത് മേജർ ഡിപ്രഷൻ യൂണിപോളാർ ഡിപ്രഷൻ എന്ന് കൂടി പേര് പറയുന്നുണ്ട് യൂണിപോളാർ ഡിപ്രഷൻ അപ്പൊ നമുക്കറിയാം യൂണിപോളാർ എന്ന് പറയുമ്പോൾ ബൈപോളാർ ഉണ്ട് യൂണിപോളാർ എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ അതായത് ഇവിടെ സങ്കടം മാത്രമേ ഉള്ളൂ ഇല്ല രണ്ടും മാറി മാറി വരുന്നില്ല അതുകൊണ്ടാണ് മേജർ ഡിപ്രസീവ് ഡിസോർഡറിനെ യൂണിപോളാർ ഡിപ്രഷൻ അല്ലെങ്കിൽ മേജർ ഡിപ്രഷൻ ക്ലിനിക്കൽ ഡിപ്രഷൻ ഇങ്ങനെ മൂന്ന് പേരിൽ പറയുന്നു ഇനി നോക്കിക്കോളൂ major depressive disorder single episode ആയിരിക്കും ചിലപ്പോൾ ഡയഗ്നോസ് ചെയ്യുന്നത് ദെൻ ചിലത് after after more than one episode the diagnosis become major depressive disorder അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതലായിട്ട് എപ്പിസോഡിക്കലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ആ രീതിയിൽ വരാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ആറു മാസമോ അതിൽ കൂടുതലായിട്ട് നീണ്ടു നിൽക്കുന്നു ആറുമാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നു കേട്ടോ ആറുമാസമോ എന്നല്ല ആറുമാസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നു ഇതിന്റെ കൂടെ സൈക്കോട്ടിക്കിന്റെ സിംറ്റംസ് ഉണ്ട് സൈക്കോട്ടിക് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഡിലൂഷൻ ആലൂസിനേഷൻ സൂയിസൈഡൽ തോട്ട്സ് അല്ലെങ്കിൽ സൂയിസൈഡൽ ബിഹേവിയർ ഇറാഷണൽ തോട്ട്സ് ഈ അസുഖം എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഡിപ്രഷൻ നമ്മൾ അറിയാൻ ഡിപ്രഷൻ നമ്മൾ അറിയാൻ ഒന്ന് കുത്തിയിട്ടുള്ള ഡിപ്രഷൻ അറിയാൻ self report then behaviour behaviour trace ചെയ്യും then next M S C എടുക്കും ബിഹേവിയർ ട്രേസ് ചിലപ്പോൾ അത് മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ചിട്ടായിരിക്കാം ബിഹേവിയർ ട്രേസ് ചെയ്യും നമ്മൾ തന്നെ നോക്കിയിട്ടാണേലും ട്രേസ് ചെയ്യാം ഒബ്സർവേഷൻ അല്ല ട്രേസ് ഇതിന്റെ സിംറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മേജർ ഡിപ്രസീവ് എത്രാമത്തെ പാരഗ്രാഫ് ആണെന്നറിയോ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ major depressive episode usually with a very low mood എല്ലാ ലൈഫിലെ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഈ ഒരു രീതിയിലുള്ള ലോ മൂഡായിരിക്കും ഒരിക്കലും അവർക്ക് സന്തോഷം ഒരിക്കലും ആസ്വദിക്കാനോ അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പിന്നെ അവർക്ക് ഒരിക്കലും ജീവിതത്തിന്റെ മീനിങ്സ് എന്താണെന്നോ ഒന്നും മനസ്സിലാവാറില്ല മനസ്സിലാത്തതാണ് കേട്ടോ ദെൻ ഗിൽറ്റ് ഫീലിംഗ് ആയിരിക്കും ഹോപ്പ്ലെസ് ആയിരിക്കും then self hurted that means suicide ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാനോ അവർക്ക് യാതൊരു മടിയില്ല എന്നുള്ളതാണ് പറയുന്നത് സിവിയർ ആണെങ്കിൽ സൈക്കോസിന്റെ സിംറ്റംസ് ഉണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദെൻ ഉറക്കം ഉറക്കമില്ലാതെ വരുന്നു ദെൻ ഡിപ്രസ്ഡ് ആയിരിക്കും insomnia or over sleeping hypersomnia ഉണ്ടാവാം ഓവർ സ്ലീപ്പിംഗ് ഉണ്ടാവാം ഉറപ്പില്ലായികയല്ല കൂടുതൽ കിടന്ന് ചുമ്മാ കിടന്നുറങ്ങും ദെൻ അത് കൂടാതെ multiple physical physical symptoms like fatigue headache ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ആ പാരഗ്രാഫ് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ പിന്നെ അതിന്റെ കൂടെ നേരത്തെ നമ്മൾ പഠിച്ചിരുന്ന ആ ഒൻപത് പോയിന്റും ഓക്കെ നേരത്തെ പഠിച്ച ഒമ്പത് പോയിന്റ് അതിന്റെ കൂടെ സൈക്കോട്ടിക് സിംറ്റംസ് ഓർത്താൽ മതി നിങ്ങള് സൈക്കോട്ടിക് സിംറ്റംസ് എന്ന് പറയുമ്പോൾ delusion hallucination suicidal thoughts and suicidal behaviour irrational thoughts ഇത്രയും കാര്യങ്ങൾ ഇനി ഇതിനെ തരംതിരിച്ചിരിക്കുന്നത് നോക്കിക്കോളൂ എങ്ങനെയാണ് ഡി എസ് എം ഫോറിൽ അതിനെ പലതായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അതാണ് എറ്റിപ്പിക്കൽ ഡിപ്രഷൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നോക്കിക്കോണേ അതിൽ എ ഡി എ എറ്റിപ്പിക്കൽ ഡിപ്രഷനെ മൂഡ് റിയാക്ടിവിറ്റി നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മൂഡായിരിക്കും അവരെ കാണിക്കുന്നത് ചില സമയത്ത് ഇനബിലിറ്റി ടു ഫീൽ പ്രസൻസ് എന്നുള്ള രീതിയിലാണ് അൻഡോണിയ എന്ന് പറഞ്ഞ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്നു ദെൻ അവർക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടായിരിക്കും ഭയങ്കരമായിട്ട് വിശപ്പ് ഉണ്ടായിരിക്കും എത്ര കഴിച്ചാലും വിശപ്പ് മാറുന്നില്ലാത്ത രീതിയിൽ വരും ദെൻ ഒന്നുകിൽ ഉറക്കം കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഉറക്കം കുറവായിരിക്കും ദെൻ ഹെവിനിസിൻ ലിംസ് കയ്യിലും കാലിലൊക്കെ ഭയങ്കര കനം തോന്നുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ഒരു സൈഡ് പാരലൈസിങ് അപ്പൊ സി പി കാർക്കൊക്കെ വരികയല്ലേ ട്രിപ്പിൾ കാർക്കൊക്കെ വരുന്ന പോലെ ആ രീതിയിൽ അവർക്ക് തോന്നും അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാവും അതേപോലെ തന്നെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിന്ന് അവർ മാറി നിൽക്കും മാറി നിൽക്കും സൊസൈറ്റിയിൽ നിന്ന് അവർ മാറി നിൽക്കുവേ അതിനാണ് നമ്മൾ ടിപ്പിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായിട്ട് അല്ല എല്ലാവരെയും പോലെ ടിപ്പിക്കൽ സാധാരണ ആണെങ്കിൽ നമ്മൾ നോർമൽ ഒരു എറ്റിപ്പിക്കൽ ടിപ്പിക്കൽ അല്ല എറ്റിപ്പിക്കൽ ആയിട്ടുള്ള അതിലേക്ക് വരുന്ന ഒരു വ്യത്യസ്തമായിട്ട് then next one is melancholic depression melancholic ഡിപ്രഷനിൽ ലോസ് ഓഫ് പ്ലഷർ ഒന്നിലും സന്തോഷം കണ്ടെത്താൻ ആ പറ്റ പറ്റില്ല അവർക്ക് ഏതൊരു കാര്യത്തിലും ഒരു കാര്യത്തിലും എപ്പോഴും അവർക്ക് ദുഃഖം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ദെൻ ഇവരുടെ സിംറ്റംസ് എന്ന് പറയുന്നത് ഇൻ മോർണിംഗ് അവേഴ്സിൽ നോക്കിക്കോളൂ അത് കൂടുതലായിരിക്കും ഏർലി മോർണിംഗിൽ അതായത് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവരുടെ ഉറക്കം കഴിയും ഇവർ എണീറ്റിരിക്കാൻ തുടങ്ങും ദെൻ സൈക്കോമോട്ടർ റിട്രാഡേഷൻ ഒന്നും സൈക്കോ മോട്ടോർ എന്ന് പറയുമ്പോൾ കൈ കാലുകൾ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റാന്നില്ല പിന്നെ വെയിറ്റ് എക്സസീവ് വെയിറ്റ് ലോസ് മെലിഞ്ഞു പോകും ഈ മൂന്ന് മണിക്കൊക്കെ എണീറ്റിരുന്ന് കഴിഞ്ഞാൽ ആ അത്രയും സമയം മറ്റുള്ളവർക്കും ഡിസ്റ്റർബൻസ് ആയിരിക്കും അവർക്കും ഡിസ്റ്റർബൻസ് ആയിരിക്കും ദെൻ ഗിൽറ്റ് ഫീലിംഗ് ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക ദെൻ നെക്സ്റ്റ് കാറ്ററ്റോണിക് ഡിപ്രഷൻ ഇത് വളരെ ഏറ്റവും സിവിയർ ആയിട്ടുള്ളതാണ് റെയർ ആൻഡ് സിവിയർ എന്നാണ് കൊടുത്തിരിക്കുന്നത് അവരെ നമ്മൾ എടുത്തുകൊണ്ട് ഇരുത്തി അവരവിടെ ഇരുന്നോളും കാറ്ററ്റോണിക് പേഷ്യൻസ് കേട്ടോ ഈ കാറ്റോണിക്കിനോട് അനുബന്ധിച്ച് കാറ്റോണിക് സിംറ്റംസ് ഓൾസോ ഒക്കെ in schizophrenia or in manic episodes ഇവരുടെ ഈ ഈ ഒരു കാറ്റോണിക് പേഴ്സൺസിനെ നമുക്ക് സ്കിസോഫ്രനിയയിലും കാണാൻ സാധിക്കും മാനിക് എപ്പിസോഡ് ഉള്ളവരിലും കാറ്റോണിക് പേഴ്സൺസിനെ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ ഇനി നോക്കിയോളൂ സൈക്കോട്ടിക് മേജർ ഡിപ്രഷനെ P M D psychotic major ഡിപ്രഷനില് സൈക്കോട്ടിക് സിംറ്റംസും കൂടി കാണുന്നു സൈക്കോട്ടിക് സിംറ്റംസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഡെലൂഷനും ഹാലൂസിനേഷനും സൈക്കോട്ടിക് മേജർ ഡിപ്രഷനിൽ സൈക്കോട്ടിക്കിന്റെ സിംറ്റംസും കൂടി കാണുന്നു ഓക്കെ ഇവരുടെ മോഡ് കോൺഗ്രന്റ് ആയിരിക്കില്ല ഇൻകോൺഗ്രന്റ് ആയിട്ടായിരിക്കും മോഡ് വരിക ദെൻ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് ഇപ്പൊ എത്ര ശതമാനം ടു പത്ത് ശതമാനം പറയുന്നുണ്ട് ആഫ്റ്റർ ഡെലിവറി ലേഡീസിൽ കുട്ടി ആയി കഴിഞ്ഞ കുട്ടി പ്രസവിച്ചു കഴിയുന്ന ആ സമയത്ത് ഹോർമോണൽ ചേഞ്ച് കൊണ്ട് വരുന്നതാണ് നേരത്തേക്ക് ആയിരത്തിൽ ഒന്നെന്നൊക്കെ ആയിരുന്നു പറയുന്നത് ഇപ്പോഴത് അത് കൂടിക്കൂടി വരുന്നുണ്ട് ചിലപ്പോൾ ഫുഡിന്റെ ഒക്കെ ആയിരിക്കാം അപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇതെല്ലാം മേജർ ഡിപ്രഷന്റെ ഡിവിഷൻ ആണെന്നുള്ളത് ഓർക്കണേ then season affective disorder SAD എന്ന് കൊടുത്തിട്ടുണ്ട് സീസൺ അഫക്റ്റീവ് ഡിസോർഡറെ ചിലർക്ക് തണുപ്പ് കാലത്ത് അസുഖം കൂടുതലായിട്ട് വരുന്നു അത് ചിലപ്പം വൈറ്റമിൻ ഡിയുടെ കുറവായിരിക്കാം സൺലൈറ്റ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ചില വിന്റർ ഡിപ്രഷൻ എന്ന് പറയും അതിനെ ദെൻ ചിലർക്ക് വർഷത്തിൽ രണ്ടു പ്രാവശ്യം വരുന്നു ചൂട് കൂടുമ്പോഴും തണുപ്പ് കൂടുമ്പോഴും ആ രീതിയിലുള്ള സീസണിലി വരുന്നത് റീസൺ ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയുന്നില്ല ആദ്യം നമ്മൾ തുടക്കത്തിൽ പഠിച്ച പോലെ മൂണിന്റെ എഫക്റ്റോ അല്ലെങ്കിൽ ആ രീതിയിൽ പറയുന്നുണ്ടല്ലോ ലുനാറ്റിക് എന്ന് പറഞ്ഞ് അതേപോലെ ഇവിടെയും ഇതേപോലെ ആ സീസൺ അനുസരിച്ച് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഹോസ്പിറ്റലൈസ്ഡ് ആവുക മേജർ ഡിപ്രഷൻ വന്നിട്ട് അപ്പൊ സീസൺ അഫക്റ്റീവ് ഡിപ്രഷൻ നമ്മളും നോക്കാറുണ്ട് അങ്ങനെ തന്നെ ഏത് ഏത് സമയത്താണ് വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് വന്നത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഡ്യൂറേഷനും ദെൻ എപ്പിസോഡിക് ആയിട്ട് എപ്പോഴാണ് എന്നുള്ളത് കറക്റ്റ് നോക്കുന്നു okay causes of major depression നോക്കിക്കോളൂ കേട്ടോ ബയോളജിക്കൽ നമ്പർ number വെച്ചോളൂ biological psychological then social factors page number thirteen 13 ഞാൻ പറയുന്നത് process of major depression biological psychological and social factors മൂന്നെണ്ണോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കൊടുത്തിരിക്കുന്നത് പ്രീ അസിസ്റ്റിംഗ് വൾറബിലിറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ജനറ്റിക് പറഞ്ഞിട്ടുണ്ട് വൾറബിലിറ്റി പറഞ്ഞിട്ടുണ്ട് ജനറ്റിക് പറഞ്ഞിട്ടുണ്ട് അത് രണ്ടാമത്തെ പാരഗ്രാഫിലാണ് പറയുന്നത് വരച്ചു വെച്ചോ എന്നിട്ട് പറയാവേ then nature and nurture then learn in childhood പറയണൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പേജ് നമ്പർ തേർട്ടീനില് കോസസ് ഓഫ് മേജർ ഡിപ്രഷനില് ഫസ്റ്റ് പാരഗ്രാഫിൽ ഒന്നാമത്തെ പോയിന്റ് ബയോളജിക്കില് രണ്ടാമത്തെ പോയിന്റ് സൈക്കോളജിക്കില് മൂന്നാമത്തെ point social factors then second പാരഗ്രാഫില് പ്രീ അസിസ്റ്റിംഗ് വൾണറബിലിറ്റി നാലാമത്തെ പോയിന്റ് അഞ്ചാമത്തെ പോയിന്റ് ജനറ്റിക് ആറാമത്തെ point nature and nurture next learned in childhood അടുത്ത പോയിന്റ് അതിന്റെ അടുത്ത ലൈനിൽ ബ്ലഡ് റിലേറ്റീവ്സിന് ഹെറിഡിറ്ററി ബ്ലഡ് റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഹെറിഡിറ്ററി ദെൻ പിന്നെ താഴോട്ട് അതേ പാരഗ്രാഫിൽ ലാസ്റ്റ് മോണോസൈഗോട്ടിക് അതായത് ഐഡന്റിറ്റിക്ക് ട്വിൻസിനായിരിക്കും കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഡിപ്രഷൻ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതിനകത്തെ ഞാൻ ഒന്ന് പറഞ്ഞു പോകാവേ പ്രോസസ് ചെയ്യാനത് നിങ്ങളൊന്ന് വേഗം നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പിന്നെ വായിക്കുമ്പോൾ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വൾണറബിലിറ്റി ആൻഡ് ഇനി ഞാൻ പറയുന്നത് കേട്ടാ മതി വൾണറബിലിറ്റി അതായത് ജനിച്ച ആ ഒരു സാഹചര്യം ആ ഒരു എൻവയൺമെന്റ് അല്ലെങ്കിൽ ഫാമിലിയില് വൾണറബിൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നർച്ചർ വളർത്തപ്പെട്ട ഫാമിലിയിൽ നിന്ന് ലേൺഡ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ അവിടെ തന്നെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ അതേപോലെയുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു എങ്കിൽ ബ്ലഡ് റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹെറിഡിറ്ററി ആണ് മോണോസൈക്കോട്ടിക് എന്ന് പറയുമ്പോൾ ഐഡന്റിറ്റിക്കൽ ട്വിൻസിന് ഉണ്ടെങ്കിൽ ഉണ്ടാവാനുള്ള കൂടുതൽ ചാൻസ് അതായത് ട്വിൻസിന് ഫോർ ടു ഫൈവ് പെർസെന്റേജ് കൂടുതലായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് നെഗറ്റീവ് ഇമോഷൻസ് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ദെൻ കോപ്പിംഗ് സ്ട്രാറ്റജീസിൽ വരുന്നുണ്ടെങ്കിൽ resilience low self esteem self defeating then distracted thoughts ഉണ്ടെങ്കിൽ ഇത്രയും കാരണങ്ങളൊക്കെയാണ് കോസസ് വരുന്നത് അതിൽ പ്രധാനപ്പെട്ടത് നേച്ചറൽ നാച്ചുറൽ ഹെറിഡിറ്റി ദെൻ ട്വിൻസിൻ്റെത് then biological psychological social factors ഓർത്തിരിക്കും കേട്ടോ നെഗറ്റീവ് തോട്ട്സ് അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെഗറ്റീവ് തോട്ട്സും കോഗ്നേറ്റീവ് അറേഴ്സും ഡിപ്രസീവ് തിങ്കിങ് സ്കീമില് ഡിപ്രസീവ് നെഗറ്റീവ് ആയിട്ടുള്ളതെല്ലാം ആദ്യം തന്നെ നമ്മൾ കൊടുത്തു വെച്ചിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കാരണങ്ങളായിട്ട് വരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഒരു കുട്ടിയുടെ വളറബിൾ പേഴ്സണാലിറ്റി ആണെങ്കിൽ അതിന്റെ സ്കീമയിൽ ആദ്യം തന്നെ ഇത് എന്തിനാ ഞാൻ ജീവിക്കുന്നത് എന്നും ഈ വഴക്കിനുള്ളിൽ ജീവിക്കണമല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് അവരുടെ സ്കീമയിലേക്ക് കയറിയിട്ടുള്ളതെങ്കിൽ അത് മാറ്റാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നു then treatment various psychological treatments ആണ് പറയുന്നത് ഡിപ്രസീവ് ഡിസോർഡേഴ്സിന് താഴോട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ സി ബി ടി ഒന്നാമത്തത് C B T cognitive behaviour therapy അവരുടെ തോട്ട് പ്രോസസ്സിനെ മാറ്റുക എന്നുള്ളതാണ് mental health problem depression thought പ്രോസസ്സിനെ മാറ്റിയിട്ട് അതായത് നെഗറ്റീവ് തോട്ട്സിനെയും നെഗറ്റീവ് സെൽഫ് എസ്റ്റീമിനെയും നെഗറ്റീവായിട്ടുള്ള സെൽഫ് കോൺഫിഡൻസിനെയും അതുപോലെ തന്നെ എന്നിട്ട് അവരിലേക്ക് ഇത് അവരിൽ നിന്ന് മാറ്റുകയും എസിസ്റ്റൻഷ്യൽ തെറാപ്പി അവിടെ അപ്ലൈ ചെയ്യുകയും ഇൻസൈറ്റ് തെറാപ്പിയും എസിസ്റ്റൻഷ്യൽ തെറാപ്പിയും അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു കിട്ടിയെന്ന് വിചാരിക്കുന്നു ദെൻ ഇന്റർപേഴ്സണൽ സൈക്കോതെറാപ്പി അവർ മാത്രമല്ല ഇന്റർപേഴ്സണൽ അവരെ ഒരു റിഹാബിറ്റേഷൻ കൗൺസിലിംഗ് ഇതിൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ തങ്ങൾക്ക് മാത്രമല്ല എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പുമായിട്ട് അവരെ കൂടുതൽ യോജിപ്പിക്കുന്നു തന്നിലേക്ക് തന്നെ ഒതുങ്ങുന്നവരെ മാറ്റിയിട്ട് ഇന്റർപേഴ്സണൽ തെറാപ്പി കൊടുക്കുന്നു ഇതെല്ലാം തേർഡ് പേപ്പറിൽ കണ്ടു നല്ലോണം പഠിക്കാനുണ്ട് കേട്ടോ ഇനി അടുത്തത് bipolar disorder unit two bipolar disorder bi എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ടാണ് ഇതിനെ നമ്മൾ മാനിക് ഡിപ്രസീവ് ഡിസോർഡർ എന്നും ബൈപ്പോളാർ അഫക്റ്റീവ് ഡിസോർഡർ എന്നും മാനിക് ഡിപ്രഷൻ എന്നും ഒക്കെ വിളിക്കുന്നുണ്ട് ഈ എലിവേറ്റഡ് ആയിട്ടുള്ള മൂഡിനെ മാന്യ അല്ലെങ്കിൽ ഹൈപ്പോമാനിയ എന്നും പറയുന്നു കേട്ടോ ഇതൊക്കെ ഇൻട്രൊഡക്ഷനിലാണ് ഉള്ളത് മാനിക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു മോർണിംഗിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും ആഫ്റ്റർനൂൺ ആകുമ്പോൾ വീണ്ടും സാഡ് സാഡായി ഈവനിങ് ആയപ്പോൾ വീണ്ടും ഹാപ്പിയായി മാനിക് എപ്പിസോഡ്സ് നമ്മൾ പറയുന്നത് അതിനാണ് റാപ്പിഡ് സൈക്ലിംഗ് ഉണ്ടാവും അവരുടെ മൂഡിന് പലപ്പോഴും എക്സസീവ് എനർജി ലെവലും ഉണ്ടാവും റാപ്ലിൻ എന്ന് പറഞ്ഞ ആള് എയ്റ്റീൻ നയൻറ്റി നയനിലാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് term manic depressive inse insanity എന്ന ആ ടേം യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആളായിരുന്നു ആദ്യം അത് യൂസ് ചെയ്തത് പിന്നീട് അത് കോമൺ ആയിട്ട് മാറി എന്നുള്ളതാണ് പറയുന്നത് മാനിക്കും ഡിപ്രഷന്റെയും കൂടെ സൈക്കോട്ടിക് സിംറ്റംസും കൂടി ഉണ്ടാവും സൈക്കോട്ടിക് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഹാലൂസിനേഷനും ഡിലൂഷനും ഇനി വന്നിട്ട് അതിന്റെ സിംറ്റംസ് പറയുന്നുണ്ട് കേട്ടോ നോക്കിക്കോളൂ ഈ മാനിക് എപ്പിസോഡ്സ് ഉള്ളവർ ഡിപ്രഷൻ ഉള്ളവർ തന്നെ ഒന്നിനും കൊള്ളില്ല ആ അല്ലെങ്കിൽ ആ രീതിയിൽ ഇരിക്കുക അതേസമയത്ത് മാനിക് എപ്പിസോഡ്സ് ഉള്ളവരാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ പവർ ഉണ്ടെന്ന് വിശ്വസിക്കും അതാ രണ്ടാമത്തെ മൂന്നാമത്തെ പാരഗ്രാഫിൽ അതാണ് പറയുന്നത് കേട്ടോ മാനിക് എപ്പിസോഡ് ഉള്ളവര് തനിക്ക് സ്പെഷ്യൽ പവർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു ഡിപ്രസീവ് എപ്പിസോഡ് ഉള്ളവര് അവരെ ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിക്കുന്നു അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ബൈപ്പോളാറിൽ രാവിലെ മാനിയയുടെ സിംറ്റംസും ഉച്ച കഴിഞ്ഞ് ഡിപ്രസീവിന്റെ സിംറ്റംസും ആണെങ്കിൽ എന്തായിരിക്കും ബൈപ്പോളാറിന്റെ അവസ്ഥ മോഡിസിൻസ് സിംസ് മാനിക് എപ്പിസോഡ്സ് ഉള്ളവര് അവര് സ്പെഷ്യൽ പേഴ്സൺ ആണ് അവർക്ക് സ്പെഷ്യൽ പവർ ഉണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നവര് ഡിപ്രസീവ് എപ്പിസോഡ് വരുമ്പം അവരെ ഒന്നിനും കൊള്ളില്ല അവർ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഉള്ളവര് ഓക്കെ സിംറ്റംസ് ഓഫ് ബൈപ്പോളാർ ഡിസോർഡറെ നോക്കിയോളൂ എനി ഗീവൺ രണ്ടാമത്തെ ലൈനില് any given episode is classified as depressive അത് manic mixed according to predominant features ചിലപ്പോൾ അത് മാനിക്കാവാം മിക്സഡ് ആവാം അല്ലെങ്കിൽ രണ്ടും കൂടി വരുന്നത് വരാവേ പിന്നെ അതിന് താഴെ കൊടുത്തിട്ടുണ്ട് unipolar mood disorder unipolar mood disorder എന്ന് പറയുമ്പോൾ ഒന്നേ ഉണ്ടാവുള്ളൂ രണ്ടും കൂടി വരുന്നില്ല ഏതെങ്കിലും ഒരെണ്ണം വരുന്നത് അതിന്റെ താഴത്തെ ലൈനിൽ വീണ്ടും കൊടുത്തിട്ടുണ്ട് ഡിപ്രഷൻ ആൻഡ് മാന്യ രണ്ടും ഉണ്ട് അത് ബൈപ്പോളാർ രണ്ടും കൂടി മാറി മാറി വരുമ്പം ബൈപ്പോളാർ ആയിട്ട് വരുന്നു ഡിപ്രസീവ് എപ്പിസോഡ് എന്ന് പറയുമ്പം ആദ്യം തന്നെ ഓർത്തിരിക്കുക ഇന്നബിലിറ്റി ടു ഫീൽ പ്ലഷർ അവർക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റില്ലാത്ത കൂട്ടത്തിലുള്ളവരാണ് ഡിപ്രസീവ് എപ്പിസോഡ് ഉള്ളവരെ എപ്പിസോഡിൽ മേജർ ഡിപ്രഷന്റെ മേജർ ഡിപ്രഷന്റെ സിംറ്റംസ് എല്ലാം നിങ്ങൾ പഠിച്ചിരുന്നു ആ സിംറ്റംസ് എല്ലാം തന്നെയാണ് ഡിപ്രസീവ് എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കിട്ടിയോ അത് വേറെ ഒന്നും ആലോചിക്കേണ്ട നിങ്ങള് ഡിപ്രസീവ് എപ്പിസോഡിൽ നമ്മൾ ആദ്യം ഡിപ്ര ഡിപ്രഷന്റെ സിംറ്റംസ് എന്നും പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ചിരുന്നു അതിന്റെ കൂടെ മേജർ ഡിപ്രസീവ് അപ്പോൾ കുറച്ച് ഹാലുസിനേഷനും ഡിലൂഷനും കൂടെ കൂട്ടി സൈക്കോട്ടിക് ഡിസോർഡറും കൂടെ കൂടി ഓക്കെ ആദ്യത്തെ ഒമ്പത് point plus hallucination delusion irrational thoughts suicide ideation ഇതെല്ലാം കൂടെ ഇതും കൂടി ഒന്ന് കൂടിയപ്പോഴത്തേക്കും മേജറായി മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ മേജർ ആയിട്ടുള്ള ഡിപ്രഷൻ ഡിപ്രഷന്റെ എപ്പിസോഡാണ് ഡിപ്രസീവ് എപ്പിസോഡിൽ കാണിക്കുന്നത് okay then manic episode manic episode എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് ഒരു രണ്ട് കോടിയുടെ ലോട്ടറി അടിച്ചു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അതേപോലത്തെ അവസ്ഥയായിരിക്കും മാനിക് എപ്പിസോഡില് അത് ഒരാഴ്ചയോ അതിൽ കൂടുതലോ നിൽക്കുകയാണെങ്കിൽ ഒരാഴ്ചയോ അതിൽ കൂടുതലോ ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ അതിലാണ് നമ്മൾ മാനിക് എപ്പിസോഡ്സ് എന്ന് പറയുന്നത് ഇവര് അതിനകത്ത് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ elevated expansive irritable mood plus three or more than three of the following additional symptoms കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്നതിലെ ഇൻഫ്ലേറ്റഡ് സെൽഫ് എസ്റ്റീം ഭയങ്കര സെൽഫ് എസ്റ്റീം ആയിരിക്കും താൻ എന്തൊക്കെയോ ആണ് എന്നുള്ള ഒരു രീതിയിൽ എല്ലാം എല്ലാം അറിയാം ദെൻ ഉറക്കമില്ല മുഴുവൻ സമയം സംസാരിച്ചുകൊണ്ടിരിക്കും then persistent elevation of mood fi flight of ideas പല ചിന്തകളാണ് ഒരു ചിന്തയൊന്നുമല്ല പല കാര്യങ്ങളായിരിക്കും ഒരേ ഒരേ വായിൽ പറയുന്നത് റേസ് അതിനോടനുബന്ധിച്ച് റേസിംഗ് തോട്ട്സും ഉണ്ട് രണ്ടും കണക്റ്റഡ് ആണല്ലോ അങ്ങനെ തോട്ട്സ് വന്നാലേ പറയുള്ളൂ then distractibility increased goal directed activity മുഴുവൻ ഭയങ്കരമായിട്ട് സംസാരിക്കുകയും ചെയ്യും ഭയങ്കര എനർജറ്റിക് ആയിരിക്കും ഭയങ്കര സന്തോഷമായിരിക്കും ഭയങ്കരമായിട്ട് വർക്കും ചെയ്യും അത് ഒരു ലെവലിൽ കൂടുതൽ ആയിട്ടാണ് നിൽക്കുന്നത് ആ ഒരു ലെവലിൽ ഇല്ല അപ്പൊ ആ ഒരു ലെവലിൽ വൺ വീക്ക് അതിനേക്കാൾ കൂടുതൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയെന്ന് വിചാരിക്കുന്നു അതിനാണ് നമ്മൾ മാനിക് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത് രണ്ടും കൂടെ കൂടുന്നതായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ ബൈപ്പോളാർ പറഞ്ഞത് ദെൻ ഇനി അതിന്റെ താഴത്തെ താഴത്തെ പാരഗ്രാഫേ ഇമ്പോർട്ടന്റ് ആണ് ഓരോ പാരഗ്രാഫേ പറയുന്ന വേർഡുകളൊക്കെ എന്താ പറയാ അണ്ടർലൈൻ ചെയ്ത് വെച്ചു then people suffering from bipolar disorder commonly experience ഇനി മുന്നോട്ടുള്ളതൊന്ന് നമ്പർ ഇട്ട് എഴുതി പൊക്കും ഇൻക്രീസ് ഇൻ എനർജി ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ point decreased need for sleep ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് മൂന്നാമത്തത് speech speech may be pressured കണ്ടോ വിത്ത് തോട്ട്സ് പിന്നെ എക്സ്പീരിയൻസ്ഡ് ആസ് റേസിംഗ് അടുത്തത് attention span low mind state may be easily distracted പെട്ടെന്ന് അവർക്ക് ഡിസ്ട്രാക്റ്റഡ് ആകാൻ പറ്റും then judgement may become impaired spending space or engage in behaviour that is quite abnormal for them പണം ചെലവഴിക്കുന്നതിന് ഞാൻ രാജാവാണ് എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട് എന്ന രീതിയിൽ ചെലവഴിക്കും അച്ഛനും അമ്മയും കൂലിപ്പണിക്ക് പോകുന്നതായിരിക്കും എന്നാലും എനിക്ക് ആ ഒരു ബൈപ്പോളാർ ഉള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ എന്തും ചെയ്യും എത്ര പൈസ കിട്ടുന്നോ അത് മുഴുവൻ ചിലവഴിക്കും എന്ന് വെച്ചാൽ അവർ ചിന്തി അവരുടെ തോട്ടിൽ അവർ വലിയൊരാളാണ് അപ്പൊ അതുകൊണ്ടാണ് ആ രീതിയിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ ചെലവഴിക്കുന്നതിനൊന്നും അവർക്ക് യാതൊരു മണി എന്താ പറയാ മടിയുമില്ല ആ രീതിയിൽ കേട്ടോ then substance abuse like alcohol then depressants cocaine stimulants stimulants ഒക്കെ പറയുമ്പോൾ എനർജി കിട്ടാൻ വേണ്ടിട്ട് കഴിക്കുന്നതാണ് സ്റ്റിമുലൻസ് കേട്ടോ ഇനി മുന്നോട്ട് പഠിക്കാനുണ്ട് ഇതൊക്കെ ഇത് ഇതൊക്കെ അവര് കഴിക്കാൻ നോക്കും ദെൻ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കും ഉറക്കമില്ലല്ലോ ദെൻ അഗ്രസീവ് ബിഹേവിയറിൽ അഗ്രസീവ് ആയിരിക്കും ഇൻടോളറന്റ് ആയിരിക്കും ഇൻട്രൂസീവ് ആയിരിക്കും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവരെ തന്നെ അൺസ്റ്റോപ്പബിൾ ആയിരിക്കും മീൻസ് അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് വരും ഇതൊക്കെ ഇതൊരു കണ്ടീഷൻ ആണെന്നുള്ളത് ഓർക്കുക കേട്ടോ അത് പെട്ടെന്ന് മാറുന്നതല്ല പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല അവര് ഒരു സ്പെഷ്യൽ മെഷീന് വേണ്ടിയിട്ട് അവരെ ആരോ തിരഞ്ഞെടുത്തതാണ് അപ്പൊ ആ രീതിയിലുള്ള delusional ideas sexual drive increase ചെയ്യും ഇതെല്ലാം ഇതിന്റെ സിംറ്റംസ് ആണ് പേജ് നമ്പർ ട്വന്റി വണ്ണില് മാനിക് എപ്പിസോഡിലെ ഒന്നും രണ്ടും പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നോക്കിക്കോളൂ അടുത്തതിനകത്തെ ഇൻഎക്സോസ്റ്റില് ക്ഷീണം ഉണ്ടാവുകയില്ല അവർക്ക് എക്സസീവ്ലി ഇമ്പൾസീവ്ലി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യണം ഹൈ റിസ്ക് ആക്ടിവിറ്റീസ് ചെയ്യും ഡേഞ്ചറസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നു ദെൻ കളർഫുള്ളി ഡ്രസ് ധരിക്കുന്നു അതോറിറ്റേറ്റീവ് മാനറിലായിരിക്കും then authoritative manner with rapid എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ അൺസ്റ്റോപ്പബിൾ ഫ്ലോ ഓഫ് സ്പീച്ച് പറഞ്ഞു ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറഞ്ഞു പോകാൻ അവരെ കൊണ്ട് സാധിക്കാം ചില മാനറിസംസ് ഒക്കെ ഉണ്ടാകും ചിലപ്പം then easily distracted then lack of insight increased capacity intrusive behaviour dangerous combination interpersonal friction unjustified rated danger to themselves then racing thoughts flight of ideas അനി എന്താണെന്ന് മനസ്സിലായല്ലോ ഒരുമാതിരി കയ്യിൽ ലോട്ടറി അടിച്ചതുപോലെ ലോട്ടറി അടിച്ചിട്ടില്ല ലോട്ടറി അടിച്ചതുപോലെ ഭയങ്കര സന്തോഷമായിരിക്കും അതിനോടനുബന്ധിച്ച് ക്രിയേറ്റിവിറ്റിയും ടോക്കും ആക്ടിവിറ്റിയും എല്ലാം കൂടുകയാണ് പക്ഷെ കുറയുന്ന ചില സാധനമുണ്ട് ഉറക്കം ദെൻ ഇനി ഇത് കൂടാൻ വേണ്ടിയിട്ട് അവര് ആൽക്കഹോൾ കഴിക്കാം സ്റ്റിമുലൻസ് എടുക്കാം അപ്പൊ ആ രീതിയിലുള്ളത് അവർ കാണിക്കുന്നു ഓക്കെ ഇത് എന്തിന്റെയാണ് മാനിക് എപ്പിസോഡിന്റെ സിംറ്റമാണ് കാണിച്ചത് ആദ്യം ഡിപ്രസീവ് എപ്പിസോഡിന്റെ ദെൻ മാനിക് എപ്പിസോഡിന്റെ ഇനി ഹൈപ്പോ മാനിക് എപ്പിസോഡ് ഇപ്പം ഇപ്പൊ കണ്ട മാനിക് എപ്പിസോഡിന് ഹൈപ്പോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി താഴെ അത്രയും മുകളിലല്ല നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ ചിന്തിച്ചാൽ മതി ആ മാനിക് എപ്പിസോഡ് എന്ന് പറയുമ്പം അത് പത്താണ് അതിന്റെ റേറ്റ് എങ്കിൽ ഹൈപ്പോ മാനിക്ക് ഒരു അഞ്ചിലും ആറിലും ഒക്കെ നിൽക്കുന്നു എന്ന് കൂട്ടിയാൽ മതി കുറച്ചുകൂടി താഴെ നിൽക്കുകയാണ് ഹൈപ്പോ മാനിക്ക് ഓക്കെ എടോ മനസ്സിലായില്ലെങ്കിൽ പിന്നെ മുന്നോട്ട് ഒന്നും മനസ്സിലാക്കാതെ അതുകൊണ്ടാണ് ചോദിച്ചത് ഹൈപ്പോമാനിക്കയുടെ less extreme variant of mania കേട്ടോ അതിനേക്കാൾ കുറച്ചുകൂടി കുറവേ then distinct episode of last four or more than four days ഇത് നാല് ദിവസം മറ്റേ നമ്മളോട് ഒരാഴ്ച കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നാല് ദിവസമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം സിവിയറിറ്റി ഉണ്ട് ഡ്യൂറേഷനും ഉണ്ട് ഇത് രണ്ടും ഓർത്തിരുന്നോണേ ഡിപ്രഷനിലും ബൈപോളാറിലും സിവിയറിറ്റിയും ഡ്യൂറേഷനും വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഓക്കെ ഇനി അതിന്റെ താഴോട്ടുള്ള വേർഡ്സുകൾ നോക്കിക്കോളൂ ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ ഒന്ന് പഠിക്കാൻ നേരത്തെ എളുപ്പമുണ്ടായിരിക്കും hypomania is generally mild to moderate level of mania okay then അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിരിക്കുന്ന by optimism pressure of speech activity and decrease need for sleep underline ചെയ്തോളൂ hypomania does not inhibit functioning like mania അത്രയും അത്രയും ഇല്ല കേട്ടോ കുറച്ച് കുറവ് ഞാൻ പറഞ്ഞല്ലോ പത്താണെങ്കിൽ ഇത് ആറ് then productive than usual then increased creativity poor judgement irritability hyper sexuality hyper ആണേ ഹൈപ്പോ അല്ല കേട്ടോ increased energy more active than usual no delusion or hallucination. ഡിലൂഷനും ഹാലുസേഷനും ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല കാര്യമായിട്ട് കേട്ടോ then mood brightness sleep decreases psychomotor activity hypomanic episodes adaptive നോക്ക് നോക്കൂ product produce high energy creativity confidence and super normal social functioning ഫ്ലഷ്ലവർ യൂറോഫി യൂഫോറിക് സ്റ്റേറ്റ് യൂഫോറിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷം എന്നുള്ളതാണ് വെറുതെ കാരണമില്ലാതെ സന്തോഷിക്കുന്ന അവസ്ഥ ഇനിയുണ്ട് hypo hypomania manifests distractibility irritability ഉറപ്പില്ലാത്തതുകൊണ്ട് എന്ത് വരുന്നു ഈ രീതിയിലുള്ള ലിബെയിൽ മോഡ് ലിബെയിൽ മോഡ് എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് കരയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ആ രീതിയിലുള്ള മോഡിലേക്ക് മാറുന്ന ഉറക്കമില്ലാത്തതുകൊണ്ട് കേട്ടോ ഇത് ഇതെല്ലാമാണ് ഹൈപ്പോമാനിക് എപ്പിസോഡ്സിൽ വരുന്നത് അതായത് നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി സിവിയരിറ്റിയും ഡ്യൂറേഷനും കുറഞ്ഞു മാനേക്കാൾ കുറച്ചുകൂടെ സിവിയരിറ്റിയും ഡ്യൂറേഷനും ഏതിന് കുറഞ്ഞു ഹൈപ്പോമാനിക് എപ്പിസോഡ്സിന് കുറഞ്ഞു ഓക്കെ ഇനി മിക്സഡ് എപ്പിസോഡ്സ് മിക്സഡ് എപ്പിസോഡ്സ് എന്ന് പറയുമ്പം ഡിപ്രസീവിന്റെ കൂടെ ഡിപ്രസീവ് ആൻഡ് മാനിക് ഒന്നുകിൽ ഡിപ്രസീവ് മാനിക്കും കൂടി വരുന്നു അല്ലെങ്കിൽ ഡിപ്രസീവും ഹൈപ്പോമാനിക്കും കൂടി വരുന്നു ഈ രീതിയിൽ എന്താ പറയാ മിക്സഡ് ആയിട്ട് നിൽക്കുന്നു ഏതാന്ന് പറയാം ഏതാണ് കൂടെ വരുന്നത് എന്നുള്ളത് നോക്കണം എന്നുള്ളത് കിട്ടിയോ മാം അന്നേരം ഇത് ബൈപോളാറിന്റെ ശൈലിൽ വരുമോ കുറച്ച് അതിന്റെ മോഡറേറ്റ് വേർഷൻ ആയിട്ട് ഇത് ബൈപ്പോളറിലേക്ക് നമ്മൾ എത്തുന്നതേ ഉള്ളൂ അതിനു മുമ്പ് മാനിയയും ഹൈപ്പോമാനിയയും ഡിപ്രസീവ് ഡിസോർഡറും എന്താണെന്ന് നമുക്ക് പറഞ്ഞു തന്നതാണ് ഇതെല്ലാം കൂടി ആകും അതാ ഞാൻ ഇത്ര ഇതായിട്ട് നിർത്തി നിർത്തി പറഞ്ഞു പോകുന്നത് അല്ല ഈ മിക്സ്ഡ് എപ്പിസോഡ് എന്ന് പറയുമ്പോൾ അതിൽ ചെറുതായിട്ട് ഡിപ്രഷനും ഉണ്ട് അതായത് മാനി ഹൈപ്പോമാനിയൊക്കെ ഉണ്ട് ഡിപ്രഷനും ഉണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചാണ് അപ്പം അതുപോലെയാണോ വരിക അതെ അതെ അതെ ഇത് ഏതാ വരുന്നെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം അതെന്തിനാ അങ്ങനെ പറഞ്ഞെന്നറിയാവോ താഴോട്ട് വരുമ്പോ അറിയാം മേജർ ഡിപ്രഷനും ദെൻ മാന്യം കൂടിയാണ് വരുന്നതെങ്കിൽ ബൈപോളാർ വണ്ണിലേക്കും അങ്ങനെ മാറ്റങ്ങൾ വരും ഓക്കെ ഓക്കെ മാം റൈറ്റ് നമ്മൾ കണ്ടെത്തണ ഏതാണെന്നുള്ളത് ഓക്കെ ഇനി മിക്സഡിൽ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് suicide ideation persecutory delusions auditory ഹാലൂസിനേഷന് അതൊക്കെ വരുന്നതാണ് അതിന്റെ ആ ലാസ്റ്റ് ഒരു മൂന്നാല് വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ ഓക്കെ ഇനി നോക്കിയോളൂ classification of bipolar disorder bipolar ഡിസോർഡറിനെ bipolar one two then cyclothymia then bipolar disorder not otherwise specified അതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലും ഉള്ളതുണ്ട് അപ്പം ബൈപോളാർ വണ്ണിൽ നോക്കുക ഇവിടെ വന്നിട്ട് മാന്യയും മേജർ ഡിപ്രസീവ് ഡിസോർഡറുമാണ് മാന്യയും മേജർ ഡിപ്രസീവ് ഡിസോർഡറും അറ്റ്ലീസ്റ്റ് സെവൻ ഡേയ്സ് അവർക്ക് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു ബൈപ്പോളർ വണ്ണില് കിട്ടിയെന്ന് വിചാരിക്കുന്ന person has depressive episode typically lasting at at least two weeks രണ്ടാഴ്ച വരെ നിൽക്കൂ ഇത് വന്നു കഴിഞ്ഞാൽ സിവിയറിറ്റിയിൽ തന്നെ അതായത് മേജർ ഡിപ്രഷനും അതേ സമയത്ത് മാന്യയുടെയും കൂടി കൂടിയിട്ടുള്ള എപ്പിസോഡാണ് ഇവർക്ക് വരുന്നത് എന്താണോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് മാന്യ എന്താണെന്ന് മനസ്സിലായി ഡിപ്രസീവ് ഡിസോർഡർ എന്താണെന്ന് മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്താണെന്ന് മനസ്സിലായി ഇത് രണ്ടും കൂടെ കൂടിയിട്ട് എന്തായിട്ട് വരുന്നു ഏഴ് ദിവസം മുതൽ പതിനാല് ദിവസം വരെ ഉണ്ടാകും പെട്ടെന്ന് ഇവർക്ക് ഇത് വരുമ്പോൾ തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് കിട്ടിയില്ലേ അപ്പൊ ആ കൂട്ടത്തിൽ ആ മേജർ ഡിപ്രസീവ് ഡിസോർഡറിൽ നമുക്കറിയാം സൈക്കോസിസ് ഉണ്ടെന്ന് ഈ സൈക്കോസിന്റെ സിംറ്റംസ് ഓർത്തിരുന്നോണേ okay bipolar second disorder bipolar second ഡിസോർഡറിൽ എന്താ പറയുന്നത് ഇവിടെ എക്സസീവ് ഇല്ല അതേപോലെ തന്നെ സൈക്കോസിസും ഇല്ല ഡിപ്രഷൻ കൂടുതലായിരിക്കും മാന്യ കുറവായിരിക്കും അങ്ങനെയൊക്കെ തന്നെ പഠിച്ചു വെച്ചു അതാണ് നിങ്ങൾക്ക് നല്ലത് എക്സസീവ് മാന്യയില്ല അതാ മീൻസ് ദാറ്റ് മീൻസ് ഹൈപ്പോമാന്യയും ഡിപ്രഷനും മേജർ ഡിപ്രഷനാണ് വരുന്നത് മേജർ ഡിപ്രഷനും മേജർ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഡിപ്രഷൻ കൂടുതലാണ് എന്നാൽ പോലും മേജർ ഡിപ്രഷന്റെ സിംറ്റംസിൽ ഈ ഹാലൂസിനേഷനും ഡിലൂഷനും ഒക്കെ കുറവായിരിക്കും കിട്ടുന്നുണ്ടോ പറയണത് ആ രീതിയിൽ പഠിച്ചു നോക്കുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും പിന്നെ ഹൈപ്പോമാനിക് എപ്പിസോഡ്സ് ആണ് ഇനി അടുത്തത് വന്നിട്ട് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ദെൻ സൈക്ലോത്തേമിയ മൈൽഡ് ഫോം ആണ് ബൈപോളാറിന്റെ ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് ഇത് വന്നിരിക്കുന്നത് മൈൽഡ് ഫോം എന്ന് പറഞ്ഞാലും ഹൈപ്പോതാൽമിയ മൈൽഡ് ഡിപ്രഷൻ ഉണ്ട് പക്ഷെ രണ്ടു വർഷം വരെയൊക്കെ നിൽക്കും ഇത് കേട്ടോ ഇവർക്ക് ഡിപ്രസീവ് മൂഡായിരിക്കും മോസ്റ്റ് ഓഫ് ദി ഡേയിൽ വരുന്നത് മാനിയ കുറവായിരിക്കും ഹൈപ്പോമാനിയും മൈൽഡ് ഡിപ്രഷനും കൂടെ മേജർ ഡിപ്രഷൻ അല്ല വന്ന് മൈൽഡ് ഡിപ്രഷനും കൂടിയാണ് കിട്ടിയോ രണ്ടു വർഷം വരെയൊക്കെ ഉണ്ടാവും കേട്ടോ അത് ഭയങ്കര സിവിയർ അല്ലെന്ന് മാത്രം പക്ഷെ ആ ഈ മൂഡ് സ്വിങ്സ് ഉണ്ടല്ലോ അപ്പൊ അതൊരു ഒത്തിരി സിവിയർ ആയിട്ടല്ലെങ്കിലും സംഭവം അവിടെ ഉണ്ട് അതിനെയാണ് നമ്മൾ സൈക്കോത്തിലാനിയ എന്ന് പറയുന്നത് അവിടെയും ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം അവിടെയുണ്ട് നമ്മൾ ആദ്യം പഠിച്ച ഡിപ്രഷന്റെ സിംറ്റംസ് എല്ലാം ഇവിടെയും വരുന്നുണ്ട് ഓക്കെ ഹൈപ്പോമാനിയയുടെ സിംറ്റംസും ഹൈപ്പോമാനിയയുടെ സിംറ്റംസും മൈൽഡ് ഡിപ്രഷന്റെ സിംറ്റംസും ഇവർക്കുണ്ട് കിട്ടിയോ രണ്ടു വർഷം വരെ നിൽക്കും ഇനി സൈഡിലെങ്ങാനും എഴുതി വെക്കാം അല്ലെങ്കിൽ മറന്നു പോകുമേ പറയണതൊക്കെ okay then bipolar disorder not otherwise specified ഇതാണോ ബൈപ്പോളർ വൺ ആണോ ടു ആണോ സൈക്ലോത്താമിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ചില സംഭവങ്ങൾ ഉണ്ടാകും അതിൽ വേരിയേഷൻസ് കൂടി കഴിയുമ്പം അതേതാന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ട് വരുന്നു നമുക്കിത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല വൺ ആണോ ടു ആണോ സൈക്ലോത്തമി ആണോ എന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും bipolar disorder not otherwise specified പക്ഷെ നമുക്കറിയാം ഇത് ബൈപ്പോളറിന്റെ കാറ്റഗറിയിൽ പെട്ടതാണ് എന്ന് ഇനി കോസസ് ഓഫ് ബൈപ്പോളർ ഡിസോർഡറെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് nine percentage of first degree relatives അതായത് ഹെറിഡിറ്ററി കേട്ടോ ഹെറിഡിറ്ററി ആയിട്ട് വരുന്നുണ്ട് ജനറ്റിക് ആയിട്ട് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നത് ഇനി ജനറ്റിക് കോൺട്രിബ്യൂഷൻ കേട്ടോ അതായത് ഐഡന്റിറ്റിക്കൽ ട്വിൻസിന് വരുന്നത് ദെൻ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പിന്നെ സൈഡിൽ അങ്ങനെ എഴുതി വെക്കാം genetic contribution and എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് ഐഡന്റിറ്റിക്കൽ ടെൻസ് പിന്നെ പാരമ്പര്യമായിട്ട് ജീൻ വഴി കിട്ടുന്നത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ബ്രെയിൻ ഡെവലപ്മെന്റിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിൽ വരുന്ന രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ തമ്മിൽ കണക്ഷൻ ഇല്ലാതെ വരുമ്പോൾ എന്ത് വരുന്നുണ്ട് ബൈപ്പോളാറിലേക്ക് പോകുന്നുണ്ട് അതായത് ചിലപ്പോഴൊക്കെ അവരുടെ ബ്രെയിൻ നോക്കിക്കഴിഞ്ഞാല് ബ്രെയിൻ വളർച്ചയിൽ വ്യത്യാസം കാണും അനാറ്റോമിക്കലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വളർച്ച ബ്രെയിനിന്റെ വളർച്ചയിൽ വ്യത്യാസം വരുന്നു മാം എൻവയറമെന്റൽ ഇൻഫ്ലുവൻസിൽ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ എൻവയറമെന്റ് ഇഷ്ടംപോലെയുണ്ട് ഒന്ന് ട്രോമകളൊക്കെ ഏതൊരു ട്രോമ വന്നാലും ദെൻ സെക്സ്വൽ അബ്യൂസ് ദെൻ ഏത് അബ്യൂസും ശരി മാം മനസ്സിലായി കിട്ടിയോ ആ പോവർട്ടി എക്കണോമിക് പ്രോബ്ലം ഇത് ന്യൂർ ഇവിടെ ഒരു വേർഡ് കൊടുക്കുന്നുണ്ട് വിത്ത് ലോ ലെവൽസ് ഓഫ് ഇരുപത്തി അഞ്ചാമത്തെ പേജ് നോറി പീൻ പ്രിയ നിക്കെന്നും പറഞ്ഞൊരു രണ്ടാമത്തെ ലൈനിൽ കൊടുത്തിട്ടുണ്ട് ഒരു പേര് നോക്കിക്കേ അത് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൽ വരുന്നതാണ് അത് ഡിപ്രഷന് കാരണമാകുന്നതാണ് അത് കുറഞ്ഞാൽ ഡിപ്രഷനും അത് കൂടിയാൽ മാന്യയുമാണ് ബാലൻസ് ചെയ്തു പോയില്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഇതിൽ വരുന്നതാണ് കേട്ടോ അപ്പൊ ആ പേരൊന്ന് ഓർത്തിരുന്നോണേ കണ്ടോ ഇരുപത്തഞ്ചാമത്തെ പേജില് രണ്ടാമത്തെ കുറഞ്ഞാല് ഡിപ്രഷനും കൂടിയാലും മാന്യം വരുന്നു കേട്ടോ എന്താ വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ serotonin low level of serotonin അത് കാരണമാവുന്നു പിന്നെ use to reduce blood pressure dopamine സിസ്റ്റത്തിൽ വരുന്നത് ഡോപ്പമൈനിൽ അത് അത് വന്നിട്ടുണ്ടെങ്കിലും പ്രൊഡ്യൂസ് ഡിപ്രഷൻ വരുന്നുണ്ട് സെറോട്ടോറിയം അതിലും ഡിപ്രഷനിലേക്ക് പോകുന്നു കേട്ടോ എൻഡോക്രൈൻ സിസ്റ്റത്തിലും വരുന്നുണ്ട് നമ്മൾ പണ്ട് പേഴ്സണാലിറ്റി പഠിച്ചപ്പം പറഞ്ഞിരുന്നു ശരീരത്തിൽ ബ്ലാക്ക് വെയിൽ കൂടുതലുണ്ടെങ്കിൽ അത് ഡിപ്രഷനിലേക്ക് പോകുന്നു ദെൻ ഹൈപ്പോ തൈറോയിഡിസം തൈറോയിഡിസം രണ്ടും പോകുന്നുണ്ട് ഹൈപ്പോ തൈറോയിഡിസവും പാരാതൈറോയിഡിസവും തൈറോയിഡിസം എല്ലാം പോകുന്നുണ്ട് കേട്ടോ ഡിപ്രഷനിലേക്ക് വരുന്നുണ്ട് എല്ലാം അസോസിയേറ്റഡ് വിത്ത് ആണ് താഴെ കൊടുത്തിട്ടുണ്ട് bipolar disorder in studies called trait marker സ്വഭാവത്തിലുണ്ടാകുന്ന മൂഡ് സ്വിങ്സ് ട്രീറ്റ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയുന്നത് ഈ ഒരു ബൈപ്പോളാർ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ബിഹേവിയർ അല്ല ഇനി സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് നോക്കിക്കോളൂ എപ്പിസോഡ്സിൽ people with past history manic എപ്പിസോഡ്സോ ബൈപ്പോളാർ ഡിസോർഡറോ അല്ലെങ്കിൽ traumatic events abusive experience childhood അത് വീണ്ടും കൊടുത്തിട്ടുണ്ടതേ അത് വന്നിട്ടുണ്ടെങ്കിൽ മോർ ഒക്വറിങ് ഡിസോർഡേഴ്സ് അതിന് അതൊരു ബൈപോളർ ഡിസോർഡേഴ്സ് എന്ന് സൈക്കോളജിക്കലി പറയുന്നത് പിന്നെ വൾണറബിൾ പേഴ്സണാലിറ്റി പിന്നെ ബൈപോളർ സ്പെക്ട്രം ഡിസോർഡറോ അങ്ങനെ ഏതെങ്കിലും ഡിസോർഡറോ ഉള്ളവരിൽ നിന്ന് then harsh environment treatment pharmacological and psychotherapeutic techniques പറയുന്നുണ്ട് അതിൽ ഒരെണ്ണം പറയുന്നത് മെഡിക്കേഷൻ സ്റ്റെബിലൈസിങ് മെഡി മെഡിക്കേഷൻ കുറെ പറയുന്നുണ്ട് പേര് പഠിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ പഠിച്ചു വെച്ചിരിക്കുക ലിഥിയം ദെൻ അങ്ങനെ കുറെ ആന്റി ഡി ആന്റി ഡിപ്രസൻസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ മൂഡ് സ്റ്റെബിലൈസിങ് പറയുന്നുണ്ട് ദെൻ മെഡിസിൻസ് ഉണ്ട് ഒലെനിക്സ് ലോസോപ്ന ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഇവിടെ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ വേണേൽ പഠിച്ചു നോക്കൂ കേട്ടോ മെഡിക്കൽ മെഡിസിന്റെ പേര് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല മെഡിസിൻ എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി then psycho therapy talk therapy talk therapy എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സി ബി ടി ആണ് കേട്ടോ സി ബി ടി പിന്നെ supportive therapy psycho education family focused therapy interpersonal and social rhythm therapy social അതായിട്ട് എന്താ പറയാ മിങ്കിൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സൈക്കോ എഡ്യൂക്കേഷൻ ടു ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ caregivers teachers then family members ഇവർക്കൊക്കെ കൊടുക്കുന്നു ഇവരോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളതും കൂടി ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും എന്താണ് ഈ ഡിസീസ് നമ്മൾ ഇങ്ങനെ മരുന്ന് കഴിച്ച് മുന്നോട്ട് പോയാൽ മരുന്ന് കഴിക്കുന്നവരായിരിക്കുമല്ലോ മരുന്ന് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സ് വരുന്നത് എല്ലിന് തേയ്മാനം പല്ലിന് തേയ്മാനം വണ്ണം വെക്കുക അറിയാലോ സൈക്കോട്ടിക് ഡിസോർഡർ ആണെങ്കിൽ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് വയസ്സ് കുറച്ച് കുറഞ്ഞു കിട്ടും സൈക്കോട്ടിക് ഡിസോർഡർ ഉള്ളത് കൊണ്ട് ഒരു ഒരു ഹ്യൂമൻ ബീങ്ങിന് ഇപ്പൊ ഒരു എൺപത് വയസ്സാണെങ്കിൽ അതിൽ നിന്നൊരു പതിനഞ്ച് വയസ്സ് കുറച്ചിട്ട് കൂട്ടിയാൽ മതി ഇങ്ങനത്തെ ഡിസോർഡർ ഉണ്ടെങ്കിൽ യൂമോ ഡിസോർഡേഴ്സ് ഇൻ ജനറൽ മെഡിക്കൽ കണ്ടീഷനെ page number thirty five general medical കണ്ടീഷന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് മൂഡ് ഡിസോർഡർ ഉണ്ടാകുന്നതെന്ന് അത് ആദ്യത്തെ സെന്റൻസിൽ തന്നെ കൊടുത്തിട്ടുണ്ട് one of every ten major depressive episode is caused by medical illness substance abuse major depressive episode വരുന്നതിലെ എന്ത് പറഞ്ഞിരിക്കുന്നത് every ten major depressive episode caused by medical ഇൽനെസ്സും സബ്സ്റ്റൻസ് അബ്യൂസും കൊണ്ടാണ് വരുന്നതെന്ന് then almost one of every four hospitalized medical patients has depressive symptoms. Then approximately 27 to 57 percent, percentage patients certain neurological conditions അല്ലെങ്കിൽ ഹണ്ടിൻസൺസ് ഡിസീസ് അല്ലെങ്കിൽ എബിലെപ്സി ഇവർക്കൊക്കെ എന്തുണ്ടോ എന്നുള്ളതാണ് പറയുന്നത് ഇത്രയും പേഴ്സൻറ്റേജ് ഇതിൽ നിന്ന് മേജർ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ടെന്നാണ് പറയുന്നത് ഇനിയും പറയുന്നുണ്ട് ഹക്കി ranging from less than 80% for chronic uh, renal disease, then 19% for coronary artery disease, 40% for primary hypothyroidism ഇതൊക്കെ കൊണ്ട് എന്ത് വരുന്നുണ്ട് മേജർ ഡിപ്രസീവ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സിലേക്ക് വരുന്നുണ്ട് ഡിപ്രഷനിലേക്ക് മാത്രമല്ല മൂഡ് ഡിസോർഡറിലേക്ക് വരുന്നു എന്നുള്ളതാണ് മൂഡ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ രണ്ടും കേട്ടോ then D S M four എന്താ പറയുന്നത് നോക്കിക്കേ ഒരു എ ബി സി ഡി കൊടുത്തിട്ടുണ്ട് അത് നോക്കിക്കോളൂ ദ പേഴ്സൺ ആ significant disturbances in mood that include രണ്ടുവേ രണ്ട് മൂഡുവേ significant reduce level of interest pleasure ഇതൊക്കെ വരുന്നത് mood that is euphoric euphoric എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം സന്തോഷം ഹൈറ്റൻഡ് അത് ഏതെങ്കിലും ഒന്ന് കൂടുക ദെൻ ഇറിറ്റബിൾ ആയിരിക്കും ആ രീതിയിലായിരിക്കും then person symptoms are directly related to the presence of medical condition മരുന്ന് കൊടുത്തു കഴിയും മരുന്ന് കൊടുക്കുന്നതിനെ തുടർന്ന് നേരിട്ട് തന്നെ അവർക്ക് ഈ മൂഡ് സ്വിങ്സ് കാണാനായിട്ട് സാധിക്കുന്നു then another disorder does not better explain the mood disturbances പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ മൂഡ് ഒരു പൊരുത്തമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടെന്നുള്ളതാണ് ദെൻ അടുത്തത് ഡിലിവറീസ് ആയിട്ട് റെസ്റ്റ്ലെസ് ആണ് ദെൻ ഇല്യൂഷൻസ് ഉണ്ട് ഇൻകോഹറൻസ് ഉണ്ട് പൊരുത്തമില്ലാത്ത രീതിയിൽ പോകുന്നു കേട്ടോ അപ്പൊ ആ മൂഡ് കണ്ടീഷൻസ് റെസ്റ്റ്ലെസ് ആയിട്ടും പിന്നെ നോക്കിയിരിക്കുക great distress difficulty functioning from work other important areas ഈ അസുഖത്തിന് മരുന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവർ മാറിപ്പോകുന്നു എന്നുള്ളതാണ് പറയുന്നത് മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ഡിപ്രസ്ഡ് മോഡ് വരുന്നുണ്ട് ഓരോ ഓരോ രീതിയിലും വരുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ പഠിച്ച ഓരോന്നിൻ്റെയും ഇപ്പം ഡിപ്രസീവ് ഫീച്ചേഴ്സ് വരാം മേജർ ഡിപ്രസീവ് ഫീച്ചേഴ്സ് വരാം അല്ലെങ്കിൽ എപ്പിസോഡിക്കലായിട്ട് വരാം ചിലപ്പം മാനിക്കിന്റെ ഫീച്ചേഴ്സ് കാണാം ചിലപ്പം രണ്ടും കൂടെ മിക്സഡ് ആയിട്ട് കാണാം എങ്ങനെയാണേലും അവിടെ മൂഡ് സിങ്സ് വരുന്നു എന്നുള്ളതാണ് വരുന്നത് ഇനി ഏതൊക്കെ അസുഖത്തിനാണ് അത് എന്നുള്ളതും കൂടി നോക്കാവേ ചിലർക്ക് മാനിക് മാത്രം കാണുന്നുണ്ട് കേട്ടോ മാനിക് സിംറ്റംസ് മാനിക് സിംറ്റംസിന്റെ കൂടെ പേജ് നമ്പർ തേർട്ടി സെവനില് നാലാമത്തെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട് confidence elation confidence delusional thinking high level of energy increased activity productivity ഇതെല്ലാം മാനിയയുടെ സിംറ്റംസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ചിലർക്ക് മാനിയയുടെ സിംറ്റംസ് കാണാം ചിലർക്ക് ഡിപ്രഷന്റെ സിംറ്റംസ് കാണാം ഈ നേരത്തെ പഠിച്ചിരുന്ന എല്ലാ സിംറ്റംസും ജനറൽ മെഡിക്കൽ കണ്ടീഷൻസിൽ വരുന്നതാണ് വരുന്നത് കേട്ടോ പാർക്കിസൺസ് ഡിസീസ് പാർക്കിസൺ ഡിസീസിൽ വരുന്നത് കേട്ടോ എന്താ പാർക്കിസൺസ് ഡിസീസിൽ വരുന്നത് മിഡ് ബ്രെയിൻ ഡാർക്ക് ആവുന്നു അല്ലേ മൂവ്മെന്റ് അബ്നോർമാലിറ്റീസ് വരുന്നു മിഡ് മിഡ് ബ്രെയിൻ ആയിട്ടുള്ള ഭാഗം ഡാർക്കായി പോകുന്നു അതുകൊണ്ട് വരുന്നതാണ് പാർക്കിസൺസ് ഡിസീസ് വരുന്നത് അപ്പം ഇത് എത്ര പെർസെൻറ്റേജ് ആൾക്കാർക്കുണ്ടെന്നും ഏതൊരു ഏജ് കഴിഞ്ഞിട്ടാണെന്നും സെവൻറ്റി ഇയേഴ്സ് കഴിഞ്ഞ് വരുന്ന ആ സമയത്താണ് ഇത് വരുന്നത് ഇതിനോട് അനുബന്ധിച്ച് എന്ത് വരുന്നുണ്ട് ക്ലിനിക്കൽ സെൻസ് ആയിട്ട് ഡിപ്രഷൻ വരുന്നുണ്ട് അപ്പൊ ഇത് പാർക്കിസൺസ് ഡിസീസ് ആണോ ഡിപ്രഷൻ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ചില അവസ്ഥകൾ വരുന്നുണ്ട് ഡിപ്രഷന്റെ സിംറ്റംസും കാണുന്നുണ്ട് പാർക്കിസൺസ് ഡിസീസിന്റെ സിംറ്റംസും കാണുമ്പോൾ ചിലപ്പോൾ രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ പോകുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഡിപ്രസീവ് ഇൽനെസ് ആണോ എന്ന് വരുന്നുണ്ട് then undiagnosed in a patient with പേടി അത് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു ദെൻ പേടി includes impaired memory memory concentration slowed psychomotor activity restricted affect and fatigue and decreased energy ഇതൊക്കെ തന്നെ ഡിപ്രഷനിലും വരുന്നുണ്ട് അപ്പൊ രണ്ടും കൂടി ചില സമയത്ത് അതാണോ ഇതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപോലെ വരുന്നു എന്നാലും പാർക്കിസൺസ് ഡിസീസിന്റെ കൂടെ ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് അസസ്മെന്റോ അല്ലെങ്കിൽ ഒരു ടൂളോ നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇത് ഡിപ്രഷന്റെ ആണോ എന്ന് പറയാൻ പറ്റാത്തതായിട്ട് വരുന്നു ഇനി ഹാഫ് ഓഫ് ദ പീപ്പിൾ പാർക്കിസൺസിന്റെ ഉള്ളവർ തന്നെ ഡിപ്രഷൻ പേഷ്യന്റും കൂടി ആണ് പിന്നെ ഇവർക്ക് ആദ്യം പേടി ആയിട്ടുള്ളവർക്ക് ആദ്യം കാണുന്നത് ഫസ്റ്റ് ടൈം ഡിപ്രഷനും അൻസൈറ്റി സിംറ്റംസും ആണ് കാണുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇവർ പാർക്കിസൺസ് ഡിസീസിലേക്ക് പോകുന്നത് ദെൻ ആന്റി പാർക്സൺ ഡിസ് ഡ്രഗ്സ് കൊടുക്കുന്നതോടൊപ്പം തന്നെ സൈക്കാട്രിക് സിംറ്റംസിനും അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിന്റെ കൂടെ ഒരു സൈക്കാട്രിസ്റ്റും കൂടി ഇരുന്നവരെ നോക്കേണ്ടതാണെന്നുള്ളതാണ് നമ്മുടെ ബുക്കിൽ പറയുന്നത് കേട്ടോ മൾട്ടിപ്പിൾ സ്ക്ലോസിസ് അടുത്തത് ബ്രെയിനിന്റെ ഡിസബിലിറ്റി ആണ് എന്റെ സ്പൈനൽ കോഡും സെൻട്രൽ നെർവസ് സിസ്റ്റവും ബ്രെയിനിനും ഡിസബിലിറ്റി വരുന്നു മൾട്ടിപ്പിൾ സ്ക്രോസിസ് വൈറ്റ് മാറ്റർ ആയിട്ടുള്ള ആ ഒരു സ്ഥലത്താണ് കൂടുതലായിട്ട് ഈ ഈ ഒരു മൾട്ടിപ്പിൾ സ്ക്രോസിസ് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ് brain and body with communication problem ആണ് വരുന്നത് then nerve change then loss loss the ability to talk ഇതാണ് ഇതിന്റെ ഇതാണ് പറയണത് എത്ര ആൾക്കാരെ എടുത്താൽ അമ്പത് പേർക്ക് കാണുന്നതെന്ന് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു ലക്ഷം പേരിൽ അമ്പത് പേർക്ക് ഉണ്ടെന്നുള്ളത് നെർവസ് സിസ്റ്റത്തിന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഡാമേജ് വരുന്നതായിട്ടാണ് പറയുന്നത് ദെൻ ഏജ് ലെവല് പറഞ്ഞു വുമൺ ദാൻ ഇൻ മെൻ ആണ് കാണുന്നത് multiple sclerosis persons age to twenty to forty then അതിന്റെ സിംറ്റംസ് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാവേ communication problems with brain and body problem കൊണ്ട് കേട്ടോ then nerve damage uh, lose the ability to വാക്ക് uh, നടക്കാൻ പറ്റാതെ വരുന്നു then weakness in one or more limbs then electric shock sensation വരുന്നു ഇലക്ട്രിക് ഷോക്ക് സെൻസേഷൻ എന്ന് പറയുമ്പം ഫിക്സ് വരുന്നത് പോലെ നെക്ക് മൂവ്മെന്റിൽ പ്രോബ്ലംസ് വരുന്നത് നെക്കിന്റെ ഒരു അഭാവങ്ങളിൽ അപ്പോഴാണ് ഷോക്ക് പോലെ തോന്നുന്നത് കേട്ടോ then lack of coordination and നടക്കാനുള്ള ബുദ്ധിമുട്ട് vision problems slurred speech fatigue dizziness then body pain problem with sexual bowel then bladder ഫംഗ്ഷനിലും ഇത്രയും കാര്യങ്ങളിലാണ് മൾട്ടിപ്പിൾ സ്ക്ലോസിന് അവർക്ക് ബുദ്ധിമുട്ട് അറിയപ്പെടുന്നത് disability brain and spinal cord central nervous സിസ്റ്റത്തിനാണ് ഇത് വരുന്നത് അതുകൊണ്ടാണ് ഈ രീതിയിൽ വരുന്നത് ട്വന്റി ടു ഫോർട്ടി ഇയേഴ്സിനാണ് ഇത് കാണപ്പെടുന്നത് ഇതിനോടനുബന്ധിച്ച് പേഴ്സണാലിറ്റി ചേഞ്ചസ് വരുന്നു അപ്പൊ അവർക്ക് ഫീലിങ്സ് മാറുന്നു feelings of euphoria or depression എന്നാണ് പറയുന്നത് യുഫോറിയ എന്ന് പറയുമ്പോൾ എക്സസീവ് മാനിയ പേഷ്യൻസ് എന്നുള്ള മീനിങ് വന്നിട്ടുള്ളൂ ഇത് രണ്ടിൽ ഏതെങ്കിലും അവരിൽ കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളതാണ് അതായത് മൂഡ് സ്വിങ്സ് വരാൻ തുടങ്ങുന്നു experience euphoria is different from hypomania hypomania പോലെയല്ല യുഫോറിയ കുറച്ചുകൂടി കൂടുതലായിട്ടാണ് ഭയങ്കരമായിട്ട് അപ്പം യൂഷ്വലി ചിയർഫുൾ മൂഡായിരിക്കും ഇവർക്ക് ദെൻ മേജർ ഡിപ്രഷൻ വരാറുണ്ട് common in individuals with multiple sclerosis twenty five to fifty percentage of the people major depression കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ ഇവർക്ക് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാനുള്ളതും ടെൻഡൻസി ഉണ്ട് മേജർ ഡിപ്രഷനിൽ സൂയിസൈഡ് ടെൻഡൻസി വരുന്നുണ്ട് എങ്കിലും അതൊന്നുകൂടെ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അവർക്ക് കൊടുക്കുന്നത് സൈക്കോതെറാപ്പിയും മെഡിക്കേഷനുമാണ് കൊടുക്കുന്നത് ഓക്കെ അടുത്തത് സീസൽ ഡിസോർഡറെ സീസൽ ഡിസോർഡർ എബിലിസ്റ്റി എന്ന് പറയാറുണ്ട് കോമൺ ആയിട്ട് the sudden uncontrolled electrical disturbances in the brain എന്ന് പറയാം അൺകൺട്രോൾഡ് ആയിട്ട് ഒരു നമ്മൾ ഈ കണ്ണിന്റെ റെക്ടിനിൽ കറണ്ട് പാസ് ചെയ്തിട്ടാണ് ലൈറ്റ് വരുന്നതെന്ന് പറഞ്ഞാല് തലച്ചോറിലേക്ക് മിന്നൽ പോലെ പോകുന്നു കറണ്ട് പാസ് പോകുന്നു അപ്പൊ ആ ഒരു മിന്നൽ വരുമ്പോഴാണ് അവർക്ക് എന്ത് പറയുന്നത് അൺകൺട്രോളബിൾ ആണ് അത് കേട്ടോ അപ്പോൾ അതിനാണ് സീസർ ഡിസോർഡർ എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ആ രീതിയിൽ വരുമ്പം ഐ സീസർ ഡിസോർഡർ ഉള്ളവർ സൈക്കാട്രിക് സിംറ്റംസ് കാണിക്കും സൈക്കാട്രിക് സിംറ്റംസ് കാണിക്കുക മാത്രമല്ല അവർക്ക് ഇത് വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് അപ്പം അവരിലും എന്ത് വരാനുള്ള അത് വരുന്നു അതിന് മുമ്പ് അതിന് കൊടുത്തിട്ടുണ്ട് കുറച്ച് വേട് വേർഡ് കൊടുത്തിട്ടുണ്ട് അത് നോക്കിക്കൊടുവേ there is time relationship with seizures as pre ictal pre ictal എന്ന് പറഞ്ഞാൽ മുമ്പ് ഇക്ടൻ അത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോസ്റ്റ് ഇക്ടൽ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ദെൻ ഇൻട്രാക്ടൽ ഇടയ്ക്ക് ഇത്രയും ഭാഗത്ത് ഈ ഒരു മേജർ കാറ്റ് ഇതായിട്ട് നടക്കുന്ന സമയത്ത് ഒന്ന് അത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ദെൻ അതിന്റെ മിഡില് ദെൻ അത് കഴിഞ്ഞ് ദെൻ ഇതിന്റെ കൂടി ഇടയ്ക്ക് വെച്ചിട്ട് അപ്പൊ ഈ ഒരു എല്ലാ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഓരോന്നും വരുമ്പം അവർക്ക് അതിൻ്റെതായ ഒരു എന്താ പറയാ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഡിപ്രഷനോ അല്ലെങ്കിൽ മനിയിലേക്കോ പോകാനുള്ള മനിയേക്കാൾ കൂടുതലായിട്ട് മൂഡ് സ്വിങ്സോടെ വരുന്നു രണ്ടും കൂടി ചേർന്നിട്ട് വരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇനി ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കോളൂ brain pathology drug use psychotic factors ഇതൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ പിന്നെ പിന്നെ ഒന്നുകൂടി പറയുന്നുണ്ട് ബോത്ത് സെറബിൾ ഹെമിസ്പിയറിൽ വരുന്നതുണ്ട് then loss of consciousness tone ബുക്കിൽ നോക്കിക്കോളൂ കേട്ടോ ടോണിക് ക്ലോണിക് മൂവ്മെന്റ്സിൽ എംസ് ടങ്ക് ടങ് ബൈറ്റിങ് ആൻഡ് ഇൻകൺസ് ഇതെല്ലാം രണ്ട് സൈഡിലും വന്നാണ് വരുന്നുണ്ട് why the diagnosis is relatively straightforward ഇത് postictal state characterized gradual clearing of delirium lasting few minutes to may hours കുറച്ച് മിനിറ്റ് മുതൽ മണിക്കൂർ വരെ രണ്ട് ഹെമിസ്ഫിയറിലും വന്നു കഴിഞ്ഞാൽ അതായത് ത്രീ ടു ത്രീ എന്നൊരു ലെവലിലാണ് ഇത് വരുന്നത് ചേഞ്ച് ബിഹേവിയർ ബിഹേവിയറൽ ചേഞ്ചസ് വരും മൂവ്മെന്റ് ഓഫ് നമ്മുടെ മൂവ്മെന്റ്സിലും ഫീലിങ്സിലും ഒക്കെ വ്യത്യാസം വരുന്നുണ്ട് ലെവൽസ് ഓഫ് കോൺഷ്യസിൽ വ്യത്യാസം വരുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ രണ്ട് പ്രാവശ്യം ഒക്കെ ചിലപ്പം എവലസ്പി ആയിട്ട് വരാൻ വരുന്നുണ്ട് അത് തേർട്ടി സെക്കൻഡ് മുതൽ ടു അവേഴ്സ് വരെ നിൽക്കുന്നു കിട്ടിയോ അത് ചിലപ്പം ബ്രെയിനിന്റെ ഒരു ഹെമിസ്ഫിയറിൽ വരാം ചിലപ്പോൾ രണ്ട് ഹെമിസ്ഫിയറിൽ വരാം ആ രീതിയിൽ വരുന്നുണ്ട് ഓക്കെ ഒരു ഒരു ഹെമിസ്ഫിയർ റൈറ്റ് ഹെമിസ്ഫിയർ മാത്രം വരാം ലെഫ്റ്റ് ഹെമിസ്ഫിയർ മാത്രം വരാം ചിലപ്പം രണ്ടിടത്തും കൂടി വരും ഇത് primary motor sensory and visual cortex റീജിയനിലെ ഒക്കെ ബാധിക്കുന്നതായിട്ട് വരുന്നു ദെൻ ഇതിനോടനുബന്ധിച്ച് തന്നെ കോൺഷ്യസ്നെസ്സിനെ അത് ബാധിക്കുന്നു ദെൻ ടെമ്പറൽ ലോബ് ആ ഒരു ഭാഗത്തും ഇതിന്റെ ഒരു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൈക്കാട്രിക് സയൻസ് സിഗ്നൽ വരുന്നു മെമ്മറിയിൽ കുറവ് വരുന്നു ദെൻ അഫക്റ്റീവ് ഓറാസ് വരുന്നു ദെൻ പെർസെപ്ഷൽ ചേഞ്ചസ് വരുന്നു ഹാലൂസിനേഷൻ വരുന്നു ഡീപേഴ്സണലൈസേഷൻ വരുന്നു കുറച്ചു മുമ്പേ പഠിച്ചതാണ് ഇതൊക്കെ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ വരുന്നു പെട്ടെന്ന് ആ പെരുമാറ്റമൊക്കെ ഒരു എന്താ പറയാ പ്രത്യേക രീതിയിലുള്ള പെരുമാറ്റ രീതികൾ വരുന്നു അപ്പൊ ഇവർക്ക് ഇവർക്കും എന്ത് വരുന്നുണ്ട് മൂഡ് സ്വിങ്സ് വരുന്നുണ്ട് പലപ്പോഴും മോഡ് സ്വിങ്സ് ആയിരിക്കും ആദ്യം കാണിക്കുക അത് കഴിഞ്ഞിട്ടായിരിക്കും സീസേഴ്സിന്റെ സീസർ ഡിസോർഡറിന്റെ സിംറ്റംസ് കാണിക്കുക ഇനി thirty percentage of the person persons with epilepsy have history of suicide attempts അവർക്ക് സൂയിസൈഡ് അറ്റംപ്റ്റ് കാരണം ഈ ഈ ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻസ് വരുമ്പോൾ അവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തതായിട്ട് വരുന്നുണ്ട് അവർക്ക് അറിയാം അതിന്റെ സിവിയറിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളത് അതനുസരിച്ച് തന്നെ സൂയിസൈഡ് ടെൻഡൻസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മേജർ ഡിപ്രസീവ് ഡിസോർഡറിന്റെ സിംറ്റം ആണ് അത് എന്നുള്ളത് അപ്പൊ മൂഡ് സ്വിങ്സ് ഇതിനോടനുബന്ധിച്ച് വരുന്നു സൈക്കോ തെറാപ്പിയും കോർണേറ്റീവ് ബിഹേവിയർ തെറാപ്പിയുമാണ് ഇതിന് ഡയബറ്റിക് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതായത് അറിയാലോ എങ്ങനെയാണെന്നല്ലേ ഡൈജസ്റ്റഡ് ഫുഡിലും ഗ്രോത്തിലും എനർജിയിലും ഫുഡിലെ ഫുഡിന്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണോ എന്നുള്ളത് അറിയാം ദെൻ ഈ ഫുഡിന്റെ എന്താണ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഗ്ലൂക്കോസിലേക്ക് മാറുന്നു എന്താ പറയാ ക്രോണിക് ലോണിക്കില് ബോഡി സ്റ്റിഫ് ആകുന്നു അതേപോലെ തന്നെ ശ്വാസത്തിന് കൂടുതൽ ഒരു തടസ്സങ്ങൾ വരുന്നു ഇത് ബയോളജിക്കൽ ആയിട്ടുള്ളതാണ് അപ്പൊ ടൈപ്പ് വൺ ഡയബറ്റിസ് ഉണ്ട് ടൈപ്പ് ടു ഡയബറ്റിക്സ് ഉണ്ട് ഏതാണെങ്കിലും ഏത് വന്നാലും അതിനോടനുബന്ധിച്ച് ആ വ്യക്തിക്ക് ഡിപ്രഷന്റെ സിംറ്റംസ് കാണിക്കുന്നുണ്ട് ഡിപ്രഷന്റെ സിംറ്റംസിനോട് സിംറ്റംസ് ഡയബറ്റിക്കിനോട് ഒപ്പം തന്നെ വരുന്നുണ്ട് ഡിപ്രഷന് ഡിപ്രഷനും ഡയബറ്റിക്കിന്റെ ഒപ്പം തന്നെ ഡിപ്രഷനും കൂടി മാനേജ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അപ്പൊ ഡിപ്രഷൻ മാനേജ് ചെയ്യുമ്പോൾ ഡയബറ്റിക്കില് മാനേജ് ചെയ്തില്ലെങ്കിൽ ഡയബറ്റിക്സ് കൂടുതലായിട്ട് വരാൻ ആദ്യം ഡിപ്രഷൻ ഡിപ്രഷനും കൂടി നോക്കണം എന്നുള്ളതാണ് ഈ ഡിപ്രഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസ് കൂടുതൽ വേഴ്സ് ആവുന്നു ഇത് വീണ്ടും ഫിസിക്കൽ പ്രോബ്ലത്തിലേക്കും മെന്റൽ ഫംഗ്ഷനിങ്ങിലും കൂടുതലായിട്ട് വരുന്നു കേട്ടോ ഇവർക്ക് ഡയറ്റ് ആൻഡ് മെഡിക്കേഷൻ പ്ലാൻ കൊടുക്കണം ദെൻ ഡിപ്രഷന് ട്രീറ്റ്മെന്റ് ആയിട്ട് സൈക്കോതെറാപ്പിയും മെഡിക്കേഷനും ദെൻ രണ്ടും കൂടി ഒരുമിച്ച് ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ട് രണ്ടും കൂടി ഒരുമിച്ച് പോയാലേ പേഷ്യൻസിന്റെ വെൽബി വരികയുള്ളൂ ഡയബറ്റിക് പേഷ്യൻസിന്റെ ദെൻ പാരാതൈറോയിഡ് ഡിസോർഡർ ഇതിനകത്ത് വന്നിട്ട് മനസ്സിലാവുന്നുണ്ടോ പാരാതൈറോയിഡ് ah, ബുക്കിൽ നോക്കിക്കോ ബുക്കിലെ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ പാരാതൈറോയിഡ് ഗ്ലാൻസിൽ അബ്നോർമാലിറ്റീസും ഇറുലഗുലേഷൻസും ഒക്കെ വന്നു കഴിഞ്ഞു കഴിയുമ്പോഴാണ് അത് ചിലപ്പം എസ്പെഷ്യലി കാൽഷ്യം കൂടുകയോ കുറയുകയോ വരുന്നത് എക്സസൈസ് സർട്ടൺ പാരാതൈറോയിഡ് കാൽഷ്യത്തിന്റെ ഇതുകൊണ്ടാണ് വരുന്നത് അപ്പൊ ആ സ്റ്റേറ്റ് ഓഫ് ഹൈപ്പർ കാൽഷ്യം കൂടിയത് കൊണ്ടാണ് വരുന്നത് അപ്പൊ ഹൈപ്പർ ആയിട്ടാണ് വരുന്നത് അപ്പൊ ഹൈപ്പർ പാരതൈറോയിഡ് ആണ് തൈറോയിഡിസവും വരുന്നുണ്ട് ദെൻ ഹൈപ്പർ തൈറോയിഡിസം ആണ് വന്നിരിക്കുന്നത് കോമൺ ഇൻ വുമൺ ലേഡീസിലാണ് കൂടുതലായിട്ട് വരുന്നത് ദെൻ തൈറോയിഡിൽ തന്നെ ഹൈപ്പോതൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ സൈക്കോട്ടിക് സിംറ്റംസ് അതിന്റെ കൂടെ വരുന്നു ദെൻ കാൽഷ്യം കൂടുതലാവുന്നതുകൊണ്ട് സൊമാറ്റിക് മാനിഫെസ്റ്റേഷൻ വരുന്നു ഇൽനെസ് വരുന്നു ദെൻ അവര് അവർക്ക് sudden dementia then delirium depression anxiety സൈക്കോസിസ് അപ്പതി സ്റ്റുപ്പോർ മയക്കവേ ദെൻ കോമയിലേക്ക് പോകുന്ന രീതിയിലുള്ളത് വരുന്നുണ്ട് ഈ പാര ദെൻ പാരാതൈറോയിഡിസം കൊണ്ട് കേട്ടോ ദെൻ ഹൈപ്പോ മാൻജിസ്മിയ അതും വരാറുണ്ട് അതിനോട് ഒരുമിച്ച് ദെൻ ഹൈപ്പോ തൈറോയിഡിസവും വരുന്നുണ്ട് കാൽഷ്യം മഗ്നീഷ്യത്തിന്റെയും ലെവലിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് എന്ത് വരുന്നു മൂഡ് സ്വിങ്സും ദെൻ സൈക്കോസിസും ഡിപ്രഷനും ആൻസൈറ്റിയും വരുന്നു ഓക്കെ ഇനി തൈറോയിഡ് ഡിസോർഡേഴ്സ് തൈറോയിഡ് ഡിസോർഡേഴ്സ് എന്താണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ആ ഒരു ഹോർമോണിൽ ടി എച്ച് എസ് കൂടിയാൽ ഹൈപ്പോ തൈറോയിഡിസവും കാരണം തൈറോക്സിൻ ആ സമയത്ത് കുറയുന്നു ടി എച്ച് എസ് കുറഞ്ഞാല് ടി എസ് എച്ച് കുറഞ്ഞാല് ഹൈപ്പർ തൈറോയിഡിസവും ഉണ്ടാകുന്നു അതായത് തൈറോക്സിൻ കൂടുന്നു അപ്പൊ ഈ രണ്ടും വരുന്നുണ്ട് അതായത് നമ്മുടെ തൈറോയിഡ് ആ ഗ്രന്ഥിയിൽ നിന്ന് തൈറോക്സിൻ ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട് അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡും തൈറോയിഡ് ഗ്ലാൻഡും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് ഈ കണക്ഷന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് ഓർത്തിരുന്നോണെ തൈറോയിഡിക് ഹോർമോൺ കാർബോഹൈഡ്രേറ്റും ഫാറ്റ്സും പ്രോട്ടീൻസിന്റെ ഒക്കെ role digestion basically metabolics metabolism വരുന്നുണ്ട് കേട്ടോ അവിടെ എത്ര എത്ര തൈറോയിഡിസം ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് ബ്രെയിനിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് അപ്പൊ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് അവിടെ ഭയങ്കരമായിട്ടൊരു റിലേഷൻ ഉണ്ട് തൈറോയിഡ് തൈറോക്സിൻ ഹോർമോണുമായിട്ട് അപ്പൊ ഈ തൈറോക്സിൻ ഹോർമോൺ റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ടുള്ള ഒരു റിലേഷൻ ഉള്ളത് കൊണ്ടും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു അതും ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട് ആ ഹോർമോൺ റിലീസ് ചെയ്യുമ്പോൾ ടി എച്ച് എച്ച് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസവും ടി എസ് എച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസവും വരുന്നേ ഈ നെക്കിന്റെ ചുറ്റും എന്താ പറയാ നമ്മളെ ഇറക്കാൻ ബുദ്ധിമുട്ട് വരികയല്ലേ മൂവ്മെന്റിനൊക്കെ വ്യത്യാസങ്ങൾ വരുന്നതാണ് തൈറോയിഡ് ഹോർമോൺ വരുന്നു കേട്ടോ അപ്പം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇതിന്റെ ഇതിന്റെയാണ് ഹൈപ്പർ തൈറോയിഡിസ് ആണ് വരുന്നതെങ്കിൽ അൺയൂഷ്വൽ നെർവസ്നെസ് വരും റെസ്റ്റ്ലെസ്നെസ് വരും അൻസൈറ്റി വരും ഇറിറ്റബിലിറ്റി വരും കിട്ടിയോ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ മൈൽഡ് ടു സിവിയർ ഫേറ്റിക് ആയിരിക്കും ഡിപ്രഷൻ ഉണ്ടാവും ഒന്നുകൂടി പറയാം ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ എങ്ങനെയാ വന്നേന്നുള്ളത് ഞാൻ പറഞ്ഞു ഹൈപ്പർ വരുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നൊരു ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട് അത് വന്നിട്ട് ടി എസ് എച്ച് കൂടു കൂടുതലാണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടി എസ് എച്ച് കൂടിയാൽ ഇതിൽ ഹൈപ്പോ തൈറോയിഡിസവും ടി എച്ച് എസ് കുറഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസവും ഉണ്ടാവുന്നു ഇനി ഹൈപ്പർ തൈറോയിഡിസം ആണ് എങ്കിൽ ആർക്കാണോ ഉള്ളത് ആ വ്യക്തിക്ക് അൺയൂഷ്വൽ ആയിട്ട് അവരുടെ നെർവസ്നെസ് ആയിരിക്കും റെസ്റ്റ്ലെസ് ആയിരിക്കും അവർക്ക് അൻസൈറ്റി ഉണ്ടാവും ഇറിറ്റബിലിറ്റി ഉണ്ടാവും ജീവി കൂടെ ജീവിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് ദെൻ ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ അത് മൈൽഡ് ടു സിവിയർ ഫെറ്റിക് ആയിരിക്കും ഇപ്പോഴും തളർച്ച ഉണ്ടാവും അവർക്ക് ഡിപ്രഷൻ ഉണ്ടാവും ദെൻ ഹാർട്ട് ഡിസീസ് ഇത് ഇതൊക്കെ കൊണ്ട് മൂഡ് സ്വിങ്സ് വരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് ഡിപ്രഷനും മാനിയും ഒക്കെ ഇതിന്റെ കൂടെ വരുന്നു ഈ ഈ ജനറൽ മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട് ഇത് വരുന്നു എന്നുള്ളതാണ് പറയുന്നത് എനി ഹാർട്ട് ഡിസീസ് ഹാർട്ടിന് ഡാമേജ് വരുന്ന ഹാർട്ട് അറ്റാക്ക് വരുന്നതിനെ കുറിച്ച് കൊറോണ എന്താ പറയാ കൊറോണറി ആർട്ടറീസിൽ എന്താ പറയാ ബ്ലോക്ക് വരികയോ ബ്ലഡ് സർക്കുലേഷൻ വരാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ if not enough oxygen carrying blood reaches the heart the heart may respond with pain called angina കണ്ടോ ആ പാരഗ്രാഫിന്റെ മിഡിലായിട്ട് കൊടുത്തിരിക്കുന്ന അഞ്ചിനിയ എന്താണെന്നും when the blood supply is cut off completely the result in heart attack the part of the heart that does not receive oxygen begins to die head muscle may be permanently damaged അത് അങ്ങനെ തന്നെ പഠിച്ചു നോക്കിയേ പറ്റുള്ളേ അങ്ങനെ പഠിച്ചോളൂ ഈ ഹാർട്ട് ഡിസീസ് വരുന്ന ആൾക്കാർക്ക് ആദ്യം കാണിക്കുന്നത് എന്തായിരിക്കും suffer from depression than otherwise healthy problems അവർക്ക് പീപ്പിൾ ആണ് ഹെൽത്തി പീപ്പിൾ ആണെങ്കിൽ പോലും അവർക്ക് എന്തായിരിക്കും ആദ്യം ആദ്യം തന്നെ ഇവർക്ക് ഡിപ്രഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് ഈ ഡിപ്രഷൻ ഒരു ഇൻക്രീസ്ഡ് ആയിട്ട് എന്താ പറയാ depressed have an increased risk of death after a heart attack compared to those who are not depressed കണ്ടോ കാണുന്നുണ്ടോ മാം ഹാർട്ട് ഹാർട്ട് ഡിസീസിന് മുൻപ് തന്നെ ഡിപ്രഷൻ ഉണ്ടാവോ ആ ഉണ്ടാവും ഡിപ്രഷൻ അവർക്ക് നേരത്തെ ഉണ്ടാവും ഇതിനോട് അനുബന്ധിച്ചും ഉണ്ടാകും അതിന് മുമ്പും ഉണ്ടാവും ഡിപ്രഷൻ പക്ഷെ അത് മനസ്സിലാക്കില്ല മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ എല്ലാ അസുഖത്തിന്റെ കൂടെയും ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ആ അസുഖമാണ് മുന്നോട്ട് നിൽക്കുന്നത് ഇത് പുറകോട്ട് ഇതിന്റെ സിംറ്റംസ് ഉണ്ട് പക്ഷെ ഇത് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു എല്ലാത്തിന്റെയും കൂടെ ആ പാരഗ്രാഫിൽ അവസാനം കണ്ടു കൊടുത്തിരിക്കുന്ന treatment for depression helps people manage both disease enhancing survival and quality of life കൊടുത്തിട്ടുണ്ട് കണ്ടോ കണ്ടു മാം ഡിപ്രഷനും അൻസൈറ്റിയും അടുത്ത പാരഗ്രാഫിൽ നോക്കിയോ disorders may affect heart rhythms increased blood pressure and alter blood protein ഇത് രണ്ടും ഇതിനൊക്കെ കാരണമാവുന്നുണ്ട് can also lead to elevated insulin and cholesterol ലെവൽസും കൂട്ടുന്നു ഇത് കൂടുതലാക്കാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട് ഈ പ്രശ്നം ഇതിനെല്ലാത്തിനും കാരണമാവുന്നുണ്ടെന്നുള്ള കൊളസ്ട്രോൾ കൂട്ടാൻ ദെൻ അതിന്റെ അനുസരിച്ച് ഹാർട്ടിന്റെ റിതം ഇതെന്ന് പറഞ്ഞാൽ അറിയാലോ മാറാൻ വേണ്ടിട്ട് ദെൻ ബ്ലഡ് പ്രഷറിന് ബ്ലഡ് ക്ലോട്ടിങ്ങിന് ദെൻ ഹാർട്ട് ഡിസീസിന് അപ്പൊ ഈ സ്ട്രെസ് ഹോർമോൺ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുന്നു അപ്പൊ എന്ത് വരുന്നു സ്ട്രെസ് സ്ട്രെസ് ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിക്കുമ്പോൾ ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നുള്ളത് വരുന്നു അപ്പൊ ചിലര് ഫ്ലൈറ്റ് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു ദെൻ ചിലർ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ നോക്കുന്നു അത് രണ്ടും പറ്റാതെ വരുമ്പോഴാണ് ഡിസീസിലേക്ക് വരുന്നത് പിന്നെ നോക്കിക്കോളൂ അടുത്തതിനകത്ത് പറയുന്നുണ്ട് brain research in the past twenty eight years depression often cause undiagnosed and untreated depression മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ട് വരുന്നു മേജർ അതൊരു മേജർ മേജറിലേക്ക് എത്തുന്നില്ലെങ്കിൽ പോലും മൈൽഡ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റിന്റെ ആണെങ്കിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ മോഡറേറ്റ് ഡിപ്രഷനൊക്കെ ആണെങ്കിൽ ആ ആൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യല പിന്നെ ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ അവിടെ അല്ല അവിടെ ഡിപ്രഷനും കൂടി അതിന്റെ കൂടെ ഉണ്ടായിരുന്നു ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ കൂടെ മോഡറേറ്റ് ഡിപ്രഷൻ എന്നൊരു പേര് കൂടെ നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ എന്താ പറ്റുന്നത് ആ ഡിപ്രഷൻ അവരെ അസുഖത്തിലേക്ക് കൊണ്ടുപോയി നയിക്കുന്നു എന്നുള്ളതാണ് എന്റെ ആ ലാസ്റ്റ് പാരഗ്രാഫ് നോക്കിയുള്ള പാരഗ്രാഫിന്റെ തൊട്ട് മുകളിലത്തെ പാരഗ്രാഫിന്റെ last line symptoms of depression may overlap with those of heart disease and other physical illness ഇതിലേക്കും കൂടി കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് ഞാൻ വായിച്ച മാത്രം അതിലൊന്നും മനസ്സിലാവും അതിനടുത്ത പാരഗ്രാഫിൽ രണ്ടാമത്തെ ലൈനിൽ നോക്കിക്കോളൂ combination of depression and heart disease is associated with increased sickness and death specific type of psychotherapy can relieve depression കാണുന്നുണ്ടേ then exercise is another potential way to reducing both depression and risk of heart disease അപ്പൊ ശരീരത്തിന് വ്യായാമം വേണം എന്നുള്ളത് നിർബന്ധമാണ് മനസ്സിലായല്ലോ അല്ലേ ഞാൻ പറയട്ടല്ലോ മാമേ ഡെത്ത് സ്പെസിഫിക് സൈക്കോതെറാപ്പി എന്തായിരിക്കും ഇപ്പൊ വായിച്ചില്ലേ മാം രണ്ട് തെറാപ്പികളിലൊന്നും ഒന്ന് increase sickness and death specific type of psychotherapy എന്നുവെച്ചാൽ ഡെത്തിനെ ഫേസ് ചെയ്യാനുള്ള സൈക്കോതെറാപ്പി ആണോ അല്ല ഫേസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ സൈക്കോതെറാപ്പി ആർക്കും കൊടുക്കുന്നില്ല ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ഈ രീതിയിൽ പോയില്ലെങ്കിൽ എന്നേ നമ്മൾ കൊടുക്കുള്ളൂ അല്ലാതെ നമ്മൾ ഒരിക്കലും മരണം മുമ്പിൽ വരുമെന്ന് ഒരു സൈക്കോളജിസ്റ്റും ഒരിക്കലും പറയല അത് ഡോക്ടേഴ്സ് പറയുന്നതാണ് നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാവോ നമ്മൾ പറയല്ലേ പണ്ടൊരു എക്സാമ്പിൾ ഇല്ലേ ജനലിന്റെ പുറത്തേക്ക് നോക്കുമ്പം ആ മരത്തിലെ ഇലകളെല്ലാം പൊഴിഞ്ഞു വീഴുമ്പോൾ ആണ് നീ മരിക്കുന്നത് എന്ന് പറയുമ്പം തൊട്ടടുത്തിരുന്ന എന്താ പറയാ ആർട്ടിന്റെ ആള് പോയിട്ട് ഇലകൾ പൊഴിഞ്ഞുകൊണ്ടിരുന്നിട്ട് പിറ്റേ ദിവസം മുതൽ ഇലകൾ പൂക്കാൻ തുടങ്ങി അപ്പം അപ്പൊ എന്തു വന്നു മരിക്കാൻ കിടന്ന ആൾക്ക് വീണ്ടും പുതുജീവൻ കിട്ടി എന്ന് പറഞ്ഞ പോലെ ആ റോളാണ് സൈക്കോളജിസ്റ്റിന്റെ നമ്മൾ ഒരിക്കലും കൗൺസിലിംഗ് ഒന്നും കൊടുക്കുകയില്ല അതില്ല കേട്ടോ അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട നമ്മുടെ ഡ്യൂട്ടിയേ അല്ലത് ഓക്കെ ദെൻ പിന്നെ പറയുന്നുണ്ട് സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് ക്ലിനിക്കൽ വർക്കർ ഇവരെല്ലാ ഇവര് എല്ലാവരും കൂടി ഇരുന്നിട്ട് വേണം സൈക്കോതെറാപ്പി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ആ കൂടെ ക്ലിനിക്കൽ സോഷ്യൽ വർക്കർ ആരുടെ കൂടി ആയിരിക്കേണ്ടതെന്നും കൂടെ പറയുന്നുണ്ട് ഈ ഡിപ്രഷന് വേണ്ടിയിട്ട് ചെയ്യുമ്പം ആ ഒരു ഹാർട്ട് ഡിസീസിന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന അതേ കാർഡിയോളജിസ്റ്റ് അല്ലെ അവരുടെ കൂടെ ഇരുന്നിട്ട് അവരോട് ചോദിച്ചിട്ട് ഏത് രീതിയിലുള്ളതാണ് ഇവർക്ക് കൊടുക്കേണ്ടത് ഏത് എക്സസൈസുകളൊക്കെയാണ് ഇവർക്ക് കൊടുക്കേണ്ടത് ഏത് തെറാപ്പികളാണ് ഇവരും കൂടി അതിനകത്ത് ദാറ്റ് മീൻസ് എല്ലാ മേഖലയിലും ഈ പറഞ്ഞ എല്ലാ മേഖലയിലും ആര് വേണം യെസ് ഈ പറഞ്ഞ സൈക്കാട്രിസ്റ്റ് സൈക്കാട്രിസ്റ്റ് മാത്രമല്ല psychologist and so clinical social worker എന്ന് കൊടുത്തിട്ടുണ്ട് സൈക്കാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ മെഡിസിൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവര് മെഡിസിൻ അല്ല തെറാപ്പിസ്റ്റ് ആണ് അത് ഓർത്തിരിക്കും കേട്ടോ എല്ലാത്തിന്റെയും കൂടെ ഇത് അപ്ലൈ ചെയ്യാവേ H I V and AIDS അറിയാം എന്താണെന്നുള്ളത് പറയേണ്ട കാര്യമില്ല ഞാൻ ഇതിന്റെ മുന്നോട്ടുള്ളത് അവർക്ക് അവര് നമുക്കറിയാം അവരുടെ അതാണ് എന്ന് ഇവർ എപ്പോൾ മനസ്സിലാക്കുന്നു അപ്പോൾ അവർക്ക് എന്താണ് ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ആ ഡിപ്രഷനിലേക്ക് പോകുന്ന ഇവരെ ഡിപ്രഷനിൽ നിന്ന് മാറ്റിയെടുക്കാൻ അവർക്ക് മൂഡ് സെൻസ് ഉണ്ട് അറിയാലോ അല്ലെ ഉണ്ടെന്നില്ല എടോ എച്ച് ഐ വി എയ്ഡ്സോ ആണെന്ന് അറിഞ്ഞാൽ ഡിപ്രഷനിലേക്ക് പോകും ഡിപ്രഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർ പോയിട്ട് ഇത് കൂട്ടിക്കൊണ്ട് വരുന്നത് വളരെ ചുരുക്കം പേരേ ഉള്ളൂ ബ്ലഡ് ഈ ഇതിൽ ഇതിൽ നിന്നൊക്കെ വരുന്നത് സെക്സൽ ഇൻട്രാക്ഷനിലൂടെ കുറെ ആൾക്കാർക്കും വരുന്നുണ്ടാവും അല്ലേ അവർക്ക് എവിടെയോ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ടാണല്ലോ അവർ വേറെ എവിടെയോ പോയിരിക്കുന്നത് ഒന്ന് ലോജിക്കലായിട്ടൊക്കെ ചിന്തിക്കൂ കേട്ടോ ഓക്കെ അപ്പൊ എയ്ഡ്സ് വരുന്നവർക്ക് വരുമ്പോഴും വരുന്നതിന്റെ കൂടെയും വന്നതിന് ശേഷവും വരുന്നതിന് മുമ്പും ഒക്കെ ഇവരിലും ഡിപ്രഷന്റെ സിംറ്റംസ് ഉണ്ട് ഓക്കെ ഈ യൂണിറ്റിൽ നിന്ന് ഞാൻ എടുത്തു കഴിട്ടെ ക്യാൻസറെ ക്യാൻസറിൽ എന്താ പറയാ സൈക്കോ ഓൺകോളജി ഓൺകോളജി അല്ലെ ഓൺകോളജി എന്ന് പറയുമ്പോ എന്താ പറയാ ഓൺകോളജി ഓൺകോ എന്ന് പറയുമ്പോൾ ക്യാൻസർ എന്നുള്ള ഓൺകോളജി എന്ന് പറയുമ്പോൾ ക്യാൻസർ സ്റ്റഡീസ് അപ്പൊ സൈക്കോ എന്ന് പറയുമ്പോൾ മൈൻഡ് അല്ലേ സൈക്കോ ഓൺകോളജി എന്നല്ലേ കൊടുത്തിരിക്കുന്നത് സൈക്കോ എന്ന് പറഞ്ഞാൽ മൈൻഡ് എല്ലോജി ലോജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓൺകോ എന്ന് പറഞ്ഞാൽ ക്യാൻസർ കേട്ടോ അപ്പൊ oncology means study of cancer ആണ് അപ്പൊ സൈക്കോ എന്ന് പറയുമ്പോൾ മൈൻഡ് മനസ്സിനെ കൂടെ പഠിക്കുകയാണ് extra cells may form mass of tissue called tumour tumour വരുന്നു then tumour can be either benign not cancerous ആവാം അല്ലെങ്കിൽ കാൻസറസ് ആവാം സെൽസ് ക്യാൻസർ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ആദ്യം പറയുന്നു ഓരോന്നിലും ഇപ്പൊ എച്ച് ഐ വി എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നു പിന്നെ അടുത്തതിൽ ക്യാൻസർ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നു അതിനുശേഷമാണ് എന്ത് പറയുന്നത് ഇതിൽ നിന്ന് ഡിപ്രഷൻ ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ മോഡ് സിംഗ്സിലേക്കോ എങ്ങനെ പോകുന്നു എന്ന് ഉള്ളത് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് cells in malignant tumours more abnormal and divide without control or order ആ ഒരു ഇല്ലാതെ ഇതിങ്ങനെ കൺട്രോളും ഓർഡറും ഇല്ലാതെ ഇതിങ്ങനെ ഡിവിഷനായിട്ട് പോകുന്നു ഈ സെല്ലുകൾ ഡിവിഷനായിട്ട് പോകുന്നു അത് ഏത് ഓർഗാനിലാണല്ലോ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ആ ഓർഗാനിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് ക്യാൻസർ എന്ന് പറയുന്നത് അപ്പം ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ എന്തോ ആ പേരുകളെല്ലാം പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എവിടെയാണോ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അതിന്റെ സെൽസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അത് ചിലപ്പോൾ എണ്ണ പോലെ ഒരു ലിക്വിഡ് ഉണ്ട് നമ്മുടെ അതിനാണ് പറയുന്നത് ഹൈ എന്താ ലിംഫറ്റിക് സിംറ്റം അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീമിലൂടെ ഇത് എങ്ങോട്ട് പോകുന്നു അത് ഒരു ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഓക്കെ ദെൻ ക്യാൻസറിൻ ക്യാൻസറിന്റെ ഒരു സിംറ്റം ആയിട്ടാണ് നമ്മളോട് പറയുന്നത് ഇവർക്ക് ഫിയർ ഓഫ് ഡെത്ത് ഉണ്ട് then change in body image self esteem ഇതെല്ലാം അവരുടെ കുറയുകയാണ് ക്യാൻസർ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ക്യാൻസർ ബിക്കംസ് ഡിപ്രസ്ഡ് മനുഷ്യനെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നു ദെൻ ക്യാൻസർ ക്യാൻസർ വരുന്നതിന് മുമ്പ് തന്നെ ക്യാൻസർ പേഷ്യൻസിന് ഡിപ്രഷൻ ഉണ്ടാകും നിങ്ങൾ ശരിക്കും കുറച്ച് ക്യാൻസർ പേഷ്യൻസിനെ തുടക്കം മുതലേ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ ബിഹേവിയറൽ ചേഞ്ചസ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ എപ്പോ ക്യാൻസർ ആണെന്ന് അറിയുന്നോ അതിനൊക്കെ കുറച്ച് മുമ്പ് തന്നെ ഇവർക്ക് വളരെയധികം സിംറ്റംസ് കാണാൻ സാധിക്കും ഡിപ്രഷന്റെ ആണേലും ആ രീതിയിൽ ബിഹേവിയറൽ ചേഞ്ചസ് കാണാൻ സാധിക്കും ഇതിനോടനുബന്ധിച്ച് ഇവർക്ക് ഡിപ്രഷൻ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് ഇനി പെർസെൻറ്റേജ് കൊടുക്കുന്നുണ്ട് twenty five percentage people with cancer have depression only two percentage of cancer patient is one study were receiving anti depressant medication twenty five പെർസെൻറ്റേജിനും ഡിപ്രഷനുണ്ട് പക്ഷെ രണ്ട് ശതമാനത്തിനെ മരുന്ന് കൊടുക്കാറുള്ളൂ എന്ന് ഇവിടെയും ഇത് തന്നെ സെയിം പറയുന്നു ക്യാൻസർ നോക്കുന്ന ഡോക്ടേഴ്സിന്റെ കൂടെ സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ക്ലിനിക്കൽ സൈക്കോ ആരാ പറയുന്നത് ക്ലിനിക്കൽ സോഷ്യൽ വർക്കറും കൂടി ഇരിക്കണം എന്നുള്ള കാര്യം പറയുന്നു ഇവർക്ക് കൊടുക്കുമ്പോൾ അപ്പൊ അവർക്ക് കൂടുതലായിട്ട് ലൈഫ് അവിടെ കൊണ്ട് അവസാനിക്കുകയില്ല എന്നുള്ള ഒരു പോസിറ്റീവ് ഇതിലേക്ക് വരുമ്പോഴേ ഉള്ളൂ അവരുടെ ഹോർമോൺ ചേഞ്ചസ് വരുമ്പോഴേ പോസിറ്റീവ് ആയിട്ടുള്ള ഹോർമോണൽ വരുള്ളൂ അല്ലെങ്കിൽ സെറോട്ടോറിയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഞാനിപ്പോൾ മരിക്കും മരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും ആ ഹോർമോൺ ബ്രെയിനിലെ ഹോർമോണിലെ വ്യത്യാസങ്ങൾ വരുന്നു വീണ്ടും അത് ഡിപ്രഷനിലേക്ക് പോകുന്നു ഡിപ്രഷൻ വീണ്ടും ആ ക്യാൻസർ സിംറ്റംസ് വീണ്ടും ക്യാൻസർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നു അതേസമയത്ത് ഇല്ല ഇതിനെ ഞാൻ ഓവർകം ചെയ്യും എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴത്തേക്കും മാറ്റങ്ങൾ വരുന്നു then stroke. Then part of the brain is suddenly interrupted. When blood vessel is the brain bursts അല്ലെങ്കിൽ spilling blood into the spaces around brain cells stroke വരുന്ന അറിയാലോ ഒന്നെങ്കിൽ അങ്ങോട്ടുള്ള ബ്ലഡിൽ ബ്ലോക്ക് ആർട്ടറീസിൽ ബ്ലോക്ക് വന്നു അല്ലെങ്കിൽ അത് പൊട്ടുക അല്ലെ ലീക്ക് വരിക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത് സാധാരണ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സിന് മുകളിലേക്കുള്ളതിലാണ് വരുന്നത് നാലിൽ മൂന്ന് ഭാഗവും അങ്ങനെ വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ സ്ട്രോക്ക് വരുന്നത് അപ്പം ഇനി നോക്കിക്കോളൂ ten to twenty seven percent experience major depression ഇവർക്ക് ഒരു ഇരുപത്തിയേഴ് മുപ്പത് ശതമാനത്തോളം നമുക്ക് പറയാം മേജർ ഡിപ്രഷൻ ഉണ്ട് and additional fifteen to forty percentage experience some symptoms of depression two months ഇത് വരുന്നതിന് അല്ലെ കണ്ടോ within two months following a stroke stroke വരുന്നതിന് കുറച്ച് നാൾ മുമ്പ് തന്നെ ഇവരിലെ ഡിപ്രഷന്റെ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു ഡിപ്രഷൻ സ്ട്രോക്കിന് കാരണമാവുന്നു സ്ട്രോക്ക് പാരലൈസിന് കാരണമാകുന്നു ഇല്ലേ ആവോ നല്ലോട്ടാണ് പറയുന്നത് നോക്കിയോളൂ സ്ട്രോക്ക് ജസ്റ്റ് അത് പറയുന്നുണ്ട് average duration of major depression people who have suffered a stroke is just under a year ഒരു വർഷം ആ മേജർ ഡിപ്രഷന്റെ സിംറ്റംസ് കണ്ട് ഒരു വർഷത്തിനുള്ളിൽ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള ഒരു chance then severity of depression അതും സ്ട്രോ സ്ട്രോക്കിനെ ബാധിയപ്പോൾ stroke are the location of the brain lesion previous family history of depression then pre stroke social functioning stroke survivors who are also depressed സ്ട്രോക്കിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ തന്നെ അവർ വീണ്ടും ഡിപ്രസിലേക്ക് പോകാനുള്ള മേജർ ഡിപ്രസീവ് ഡിസോർഡർ വരുന്നുണ്ട് ദെൻ ഇവരെ റീഹാബിലിറ്റി ചെയ്യുക റീഹാബിലിറ്റി ചെയ്യുക എന്നുള്ളത് വേറൊരിടത്തോട്ട് മാറ്റുക എന്നുള്ളതല്ല അവരുടെ അവരെ തന്നെ മാറ്റുക എന്നുള്ള അർത്ഥത്തിലാണ് irritable may experience personality change അവർ അവർക്ക് പേഴ്സണാലിറ്റി ചേഞ്ച് വരുന്നുണ്ട് അവരുടെ ബിഹേവിയറിലെ ചേഞ്ചസ് വരുന്നുണ്ട് അവർ അവർ അവർ തന്നെ അങ്ങ് മാറിപ്പോകുന്ന രീതിയിലേക്ക് സ്ട്രോക്കിന് ശേഷം വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ ഈ സ്ട്രോക്കിന്റെ ഭാഗമായിട്ട് സ്ട്രോക്ക് വരുന്നതിന് കുറെ നാൾ മുമ്പ് തന്നെ ഇവർക്ക് മേജർ ഡിപ്രഷൻ ഉണ്ട് പക്ഷെ അത് പലപ്പോഴും കണ്ടെത്താറില്ല ഈ മേജർ ഡിപ്രഷന്റെ സിംറ്റംസ് അപ്പം ചിലപ്പോ പിന്നെ പെട്ടെന്നുണ്ടാകുന്ന ഷോക്ക് കൊണ്ടും വരാറുണ്ട് എനിവേ ഡിപ്രഷൻ അതിന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ആയിട്ടുണ്ട് കേട്ടോ ഇതിനും സൈക്കാട്രിസ്റ്റ് സൈക്കോളജിക്ക് ക്ലിനിക്കൽ സോഷ്യൽ വർക്കർ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഫിസിഷനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് post stroke rehabilitation and treatment നടത്തേണ്ടതാണ് അവർ അവരുടെ പേഴ്സണാലിറ്റി ചേഞ്ച് വരാതെ അവരെ കറക്റ്റായിട്ട് പോസിറ്റീവായിട്ട് റീഎൻഫോഴ്സ്മെന്റ് കൊടുത്ത് അവരെ മാറ്റിയെടുക്കാൻ ആയിട്ട് ഇവരെല്ലാവരും നോക്കേണ്ടതാണ് ദെൻ ആന്റി ഡിപ്രസന്റ് മെഡിക്കേഷനും പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നോക്കിയത് അതൊക്കെയാ നോക്കിയ പത്തെണ്ണം ഉണ്ടായിരുന്നേ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് Parkinson's disease multiple sclerosis seizures fits വരുന്ന diabetics parathyroid thyroid disorders thyroid രണ്ടെണ്ണം then heart diseases H I V മെയ്ഡ്സും ദെൻ ക്യാൻസർ സ്ട്രോക്ക്